നമസ്കാരം എല്ലാവർക്കും കേൾക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചാറ്റിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും ഞാൻ പറഞ്ഞ കേൾക്കണമെന്നുള്ളത് അപ്പൊ എല്ലാവരും ഒരു ഹായ് എന്നോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ ഒന്ന് മെസ്സേജ് അടിച്ചിരുന്നു കഴിഞ്ഞാല് good to hear audible okay very good thank you okay നമ്മൾ ഇന്നത്തെ മീറ്റിങ്ങിന് ഞാൻ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല ഇനി നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല ഇൻ കേസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിലുണ്ട് ഇപ്പൊ നിങ്ങളുടെ റിയാക്ഷനിൽ പോയി കഴിഞ്ഞാൽ റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചാറ്റിൽ എഴുതി ചോദിക്കാം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റിൽ എഴുതി കാണിക്കാം അപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എന്നും ഞാൻ ഓഡിയബിൾ ആണെന്നും ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളത് താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഇത്രയും നാളും എല്ലാവർക്കും എപ്പോ സംസാരിക്കാനും അതേമാതിരി വീഡിയോ ഓൺ ചെയ്യാൻ എല്ലാത്തിനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം സെഷൻ ചെയ്തപ്പോ വന്നു ഇപ്പൊ ഇതില് അറ്റൻഡ് ചെയ്യണ ചിലവരൊക്കെ അതില് ഉണ്ടായിരുന്നവർക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്നുള്ളത് അപ്പൊ അതിന്റെ പേരിൽ നമ്മളിപ്പോ സൂമിൽ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോ നമ്മളൊരു ഒരു സെഷൻ നമ്മൾ കൊടുക്കും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫോർട്ടി ലാസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസർ സെഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാം എന്നിട്ട് നമ്മൾ ചാറ്റിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അതിനുള്ള ആൻസർ തരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം നമ്മുടെ ഇന്നത്തെ സാറ്റർഡേ വെബിനാറിലേക്ക് എല്ലാവരും നമ്മളോട് കാണിക്കുന്ന സപ്പോർട്ടിന് വളരെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു നാല് വർഷമായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഞാൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇപ്പോൾ പെൻഡാട് തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷത്തിന് മുകളിൽ അതിനു മുന്നേ ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ചായി അപ്പൊ എത്രയായി അപ്പൊ ഈ കാലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രായം മനസ്സിലാവും അപ്പൊ അതിന്റെ പേരിൽ fifteen plus fifteen seventeen plus years okay and അപ്പോ നമ്മൾ ഇത്തരം സെഷനുകളെ കണ്ടക്ട് ചെയ്യുമ്പോൾ പലവരുടെയും പാർട്ടിസിപ്പേഷൻ കാണുമ്പോൾ ഒരു കാര്യം കോൺഫിഡൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും പലവർക്കും ഇത്തരം സെഷനുകൾ കൊണ്ട് പല ഗുണങ്ങളുണ്ടെന്നുള്ളത് ഇത് എപ്പോഴും ഒരു മോട്ടിവേഷനാണ് നമുക്ക് പിന്നെയും വന്ന് ഇത്തരം സെഷനുകളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു ലാംസം ഇൻവെസ്റ്റ്മെന്റ് പലർക്കും മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ടെൻ ലാക്ക് റുപ്പീസ് ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ ഒപ്പമുള്ള guest speaker Sandeep Sundar sir Sandeep സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഒരു പത്ത് പതിനേഴ് വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ് എനിക്ക് ഞാൻ പെൻഡാട് തുടങ്ങണേക്കാളും മുന്നേ സന്ദീപ് സാറിന് എനിക്കറിയാം personally L I C mutual ഫണ്ടിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് തുടങ്ങിയിട്ട് എനിക്ക് അറിയാം എൻ്റെ ഫാമിലി ഈ ബിസിനസ്സിലാണ് ഉള്ളത് അച്ഛൻ ഈ ബിസിനസ്സിലാണ് ഉള്ളത് അപ്പൊ അച്ഛന് അന്നേ തുടങ്ങിയിട്ട് one of the favourite manager എന്ന് പറഞ്ഞ സന്ദീപ് സാറായിരുന്നു <laughs> അപ്പോൾ എനിക്ക് ആ ഒരു ഇന്ററാക്ഷൻ എന്നും അദ്ദേഹത്തോടെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ കുറച്ചു നേരത്തെ ഞാനൊരു വീഡിയോ ഡിസ്പ്ലേ ചെയ്തിരുന്നു സന്ദീപ് സാറിനായിട്ട് സ്പെസിഫിക് ആയിട്ട് എങ്ങനെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെയ്ത കാര്യം ഇതിൽ നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത് അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും അത്തരം വീഡിയോകൾ ഇഷ്ടമായിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു അതിന് സ്പെഷ്യൽ താങ്ക്സ് അപ്പോൾ ഇന്നത്തെ സെഷന് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു റിസോഴ്സസിൽ ഒന്നാണ് സന്ദീപ് സാർ എന്ന് വെൽക്കം സർ നമ്മുടെ ഈ സെഷന് വരാനായിട്ട് ഞാൻ പറഞ്ഞപ്പോഴേക്കും തയ്യാറായിന് താങ്ക് യു സോ മച്ച് എനിക്ക് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മുടെ ഓഡിയൻസിന് ഡെഫിനറ്റ്ലി ഒരു ബെനിഫിറ്റ് ഉണ്ടാവും കാരണം ഓഡിയൻസിന് എന്നും ഉള്ള ഒരു ചോദ്യമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എസ് ഐ പി മാത്രമാണോ ഇനി അതല്ല എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപയുണ്ട് പത്ത് ലക്ഷം രൂപയുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുണ്ട് അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം പലർക്കും പല ആളുകൾക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ ഇതിന് തയ്യാറായി വന്നതിന് സ്പെഷ്യൽ താങ്ക്സ് ആൻഡ് എല്ലാ ഓഡിയൻസും ഈ കാലത്ത് പതിനൊന്ന് മണിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ചതിൽ താങ്ക് യു അപ്പൊ നമുക്ക് സെഷനിലേക്ക് അടക്കാം സാർ ഞാൻ സാറിന് ഹാൻഡ് ഓവർ ചെയ്യണം thank you thank you Nikhil sir thank you all join ചെയ്തതിന് എല്ലാവർക്കും നന്ദി പിന്നെ ഈ പറഞ്ഞ പോലെ നിഖിൽ സാറിനും പെൻറ്റാളിനും ഒക്കെ നന്ദി പറയണം കാരണം എല്ലാവരുടെയും സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് പെൻഡാടും നിഖിൽ സാറും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് താങ്കളുടെ ആർജവം എല്ലാ ആഴ്ചയും രണ്ടും മൂന്നും വീഡിയോസ് എല്ലാവരുടെയും ഫിനാൻഷ്യൽ ഫ്രീഡം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതിന് നന്ദി കൂടെ പറയാൻ ഞാനും ആഗ്രഹിക്കുന്നു ഇത്തരം ഒരു അവസരം തന്നതിന് നന്ദി സെഷൻ ഞാൻ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മളിപ്പോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ടൈപ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പറയുമ്പോൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഔട്ട്ലുക്ക് കൂടെ ഞാൻ പറയാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് ചിലപ്പം കുറച്ചു പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാം കുറച്ചു പേർക്ക് ബോറിംഗ് ആയി തോന്നാം എങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് ക്ഷമിച്ചേ പറ്റൂ മാർക്കറ്റ് ഔട്ട്ലുക്ക് പാട്ടായിരിക്കും ആദ്യ ഭാഗം അത് കഴിഞ്ഞ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ പാട്ടിലേക്ക് കടക്കാം നമുക്ക് ഞാൻ എന്തായാലും സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം സ്ലൈഡ് വിസിബിൾ ആണല്ലോ അല്ലേ സർ താങ്ക് യു അപ്പൊ മാർക്കറ്റ് ഔട്ട്ലുക്ക് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം ഇത് കഴിഞ്ഞ വർഷത്തിന്റെ ഔട്ട്ലുക്കാണ് in the sense last year ഒരു വർഷം നമ്മൾ കടന്നുപോയത് ഐ മീൻ എക്കണോമിക് ടൈംസ് പോലെയുള്ള ഫിനാൻഷ്യൽ പത്രങ്ങളൊക്കെ വായിക്കുന്നവർക്ക് അറിയാം കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ചർച്ച ചെയ്തത് ലോകമെമ്പാടും ചർച്ച ചെയ്തത് ഇൻഫ്ലേഷൻ ആയിരുന്നു നാണയപ്പെരുപ്പ് നിരക്ക് ഭയങ്കര കൂടുതലായിരുന്നു ഉക്രൈൻ റഷ്യ ഇഷ്യൂ അല്ലെങ്കിൽ കോവിഡ് ഒക്കെ ഒരു വശം പക്ഷെ നമ്മൾ മറ്റ് എക്കണോമി എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്നുള്ളൊരു പാരാമീറ്റർ ആയിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അമേരിക്ക ആണെങ്കിലും അല്ലെങ്കിൽ യു കെ ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും പല സാഹചര്യങ്ങൾ കൊണ്ടും ഹലോ ജസ്റ്റ് സന്ദീപ് ഇത് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാ എല്ലാവർക്കും ക്ലിയർ uh, ആയിട്ട് കേൾക്കുന്നുണ്ട് എനിക്ക് എന്തോ വോയിസിനൊരു പ്രശ്നം സംഭവിക്കണം ഒന്ന് ചാറ്റിൽ uh, ഒന്ന് പറയാവോ വോയിസ് uh, ക്ലിയർ ആണോ നോട്ട് ക്ലിയർ ഓക്കെ നമുക്കൊന്ന് ഇന്റർനെറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ നിഖിൽ പറയുന്ന ക്ലിയർ ആണോ ക്ലിയർ ആണ് സർ നിഖിൽ അപ്പോ ഞാൻ പറയുന്നത് സന്ദീപ് സാറിന്റെ ക്ലിയർ അല്ല ഓക്കെ ഞാനൊന്ന് ഇന്റർനെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ആണോ റിൻസെൻ ഒന്ന് നോക്കാവോ എന്താണ് സാറിന്റെ അവിടെ എനിക്ക് ഒന്ന് ഇന്റർനെറ്റ് ഒന്ന് കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നന്നായിരിക്കും ഒന്ന് ഒന്ന് സാറൊന്നും കൂടി ഒന്ന് പറയാവോ ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ വൈഫൈ മാറ്റിയിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എനിക്ക് സാറിന് ഒരു ഒരു ഒരു വോയിസിൽ ലാഗ് ഉള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കട്ടെ കാരണം ആള് ചിലപ്പോ വൈഫൈയിലായിരിക്കും നിൽക്കുന്നത് അപ്പൊ വൈഫൈയിൽ ചിലപ്പോ ഒത്തിരി സ്ലോനെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു നിഖിൽ സംസാരിക്കുന്നത് എല്ലാവർക്കും കേൾക്കേണ്ടതാണ് എനിക്ക് എനിക്ക് മനസ്സിലായത് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾക്കിപ്പോ സോഫാർ എഴുപത്തിരണ്ട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എഴുപത്തിരണ്ട് പേരിൽ അപ്പൊ ജസ്റ്റ് ഒരു ഒരു ഒരു സർവേ എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ചോദിക്കണത് ഇതിൽ എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് എത്ര പേര് എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എത്ര പേര് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ജസ്റ്റ് ഒന്ന് Okay I am investing in mutual fund okay F D SIP okay <laughs> okay F D mutual funds doing F D and mutual fund F D okay F D only <laughs> okay Tata Ethical Fund. Okay, okay, okay, uh, okay, okay. Ready to invest in uh, lump sum. Okay, okay, very good. No FD. Okay. Stocks, stocks too. Okay, okay. എനിക്ക് തോന്നുന്നത് ഇതൊരു ഈ ഒരു ഇൻഫോർമേഷൻ എടുക്കുന്നത് ഓക്കെ താങ്ക് യു ഇപ്പൊ ചിലവര് പെൻഡാടി കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയുന്നത് താങ്ക് യു എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഒന്ന് ഒന്ന് നോക്കി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയാവോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ എനിക്ക് കേൾക്കാം ഒന്ന് സന്ദീപ് സാറിൻ്റെ വോയിസ് ക്ലിയർ ആണെന്ന് എല്ലാവരും ഒന്ന് കൺഫേം ചെയ്യാവോ okay clear clear then go head sir carry on carry okay okay ശരി അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇക്വിറ്റി മാർക്കറ്റ് ആണ് ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞതെങ്കിൽ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് കലണ്ടർ ഇയറിൽ ഇക്വിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ G D P performance globally നോക്കിക്കഴിഞ്ഞാൽ world G D P would be around two percentage രണ്ട് ശതമാനത്തോളം ആയിരിക്കും വേൾഡിന്റെ G D P contribution America ഏകദേശം അര ശതമാനത്തിൽ താഴെ യൂറോസോൺ മൈനസിലേക്ക് പോകും ചൈന അടുത്ത വർഷം ഒരു റിക്കവറിയിലേക്ക് വരും ഇന്ത്യൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു five point eight six percentage ലെവലിലായിരിക്കും G D P D G D പിയുടെ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത് അപ്പം അമേരിക്കയുടെ കാര്യം ഇൻഫ്ലേഷൻ അവിടെ നമ്മൾ കണ്ടു നാൽപ്പത് വർഷത്തെ ഏറ്റവും ഉയർന്ന ഇൻഫ്ലേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ കലണ്ടർ ഇയറിൽ കണ്ടത് അതിന് അവര് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്സ് കൊണ്ടുവന്നിട്ടുള്ള വർഷമാണ് കഴിഞ്ഞ ഒരു കലണ്ടർ ഇയർ നമ്മൾ കണ്ടത് നമ്മൾ ഇവിടെ R B I rate hikes കൊണ്ടുവന്ന പോലെ തന്നെ അവിടെയും ഫെഡറൽ റിസർവ് റേറ്റ് ഹൈക്കുകൾ വളരെ കൊണ്ടുവന്നിരുന്നു അത് ഈ കലണ്ടർ ഇയർ പീക്ക് ഔട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് ഇറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് കലണ്ടർ ഇയറിൽ അപ്പോൾ ഇൻഫ്ലേഷൻ താഴോട്ട് വരും അവരുടെ ടാർഗറ്റ് ഇൻഫ്ലേഷൻ രണ്ട് ശതമാനമാണ് ഇന്ത്യയിലെ നാണയപ്പെരുപ്പ് നിരക്കാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഒരു ത്രഷോൾ ലിമിറ്റ് എന്ന് പറയുന്ന ആറ് ശതമാനം ഇൻഫ്ലേഷൻ ആണ് അപ്പൊ അമേരിക്കയിൽ മൂന്നര ശതമാനം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഈ കലണ്ടർ ഇയറിൽ പോസിബിൾ ആകും എന്നുള്ളതാണ് പ്രതീക്ഷ ഡോളർ ഇൻഡെക്സ് അതുപോലെ തന്നെ ഈ ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഹൈക്ക് ഉയർച്ച ഒരു പരിധി കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡോളർ ഇൻഡെക്സ് താഴോട്ട് ഇറങ്ങി വരുന്നത് കാണാം fortunately last year Indian rupee അത്ര കണ്ട് തകർച്ച നേരിട്ടതായിട്ട് നമ്മൾ കണ്ടതുമില്ല എന്ന് വെച്ചാൽ മറ്റ് കറൻസികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രീസിയേഷൻ അത്ര കണ്ട് ഉണ്ടായില്ല ഡോളർ ഇൻഡെക്സുകൾ വളരെ താഴോട്ട് പോകുന്ന ഒരു ഘട്ടം വന്നാൽ എമർജിംഗ് മാർക്കറ്റുകൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള എമർജിംഗ് മാർക്കറ്റുകളുടെ ഇക്വിറ്റി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹിസ്റ്റോറിക്കലി നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ ഡോളർ ഇൻഡെക്സ് താഴോട്ട് പോകുന്ന ഒരു പ്രവണത നെക്സ്റ്റ് ഇയറിൽ അമേരിക്കൻ ഇൻഡെക്സ് അല്ലെങ്കിൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് താഴോട്ട് ഇൻട്രസ്റ്റ് റേറ്റ്സ് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് പ്രഡിക്ഷൻ ക്രൂഡ് ഓയിൽ പ്രൈസ് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ധനവില നമുക്ക് നമ്മളെയൊക്കെ ബാധിക്കുന്നതാണ് സാധാരണക്കാരെയൊക്കെ ബാധിക്കുന്നതാണ് നമ്മുടെ പോക്കറ്റ് ഐ മീൻ കാലിയാക്കുന്ന ഒരു സംഭവമാണ് ഇന്ധനം എന്ന് പറയുന്നത് അപ്പോൾ എൺപത് ഡോളറിനും നൂറ് ഡോളറിനും മധ്യമായിരിക്കും ഒരു ബാരലിന്റെ പ്രൈസ് എന്നുള്ളതാണ് ഫണ്ട് മാനേജറിന്റെ പ്രഡിക്ഷൻ ഇപ്പൊ ചൈന പൂർവ്വസ്ഥിതിയിലേക്ക് അവരുടെ എക്കണോമി തിരിച്ചു വന്നാലും ഇന്ധനവിലയ്ക്ക് കുറച്ചുകൂടെ പ്രൈസ് കൂടാം അല്ലെങ്കിൽ ഒപ്പക് രാജ്യങ്ങൾ ഓയിൽ പ്രൊഡക്ഷൻ കുറച്ചാലും ഇന്ത്യയിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ വേൾഡ് വിപണിയിൽ ഓയിൽ പ്രൈസ് കൂടും പക്ഷെ ഫണ്ട് മാനേജറിന്റെ ഒരു പ്രഡിക്ഷൻ എൺപതിനും നൂറിനും മധ്യേ ഓയിൽ പ്രൈസ് നിൽക്കുമെന്നുള്ളതാണ് അങ്ങനെ നിന്നാൽ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ നമ്മൾ അടുത്ത വർഷങ്ങളിൽ ഏകദേശം ആറ് ശതമാനത്തിൽ താഴെ അല്ലെങ്കിൽ ഒരു അഞ്ച് അഞ്ചര ശതമാനത്തിലേക്ക് C P I consumer price index index എന്ന് പറയുന്നത് നാണയപ്പെരുപ്പ് നിരക്കിനെയാണ് താഴോട്ട് ഇറങ്ങുമെന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ആർ ബി ഐ നമുക്കറിയാം ഇപ്പൊ എഫ് ഡി റേറ്റുകൾ അല്പം ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബോണ്ട് മാർക്കറ്റിലാണെങ്കിലും അല്പം ഉയർന്നിട്ടുണ്ട് അതിനോടൊപ്പം കൂടിയ മറ്റൊരു സംഗതിയാണ് നമ്മുടെ ഹോം ലോൺ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ അത് ഏറ്റവും പീക്ക് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ അടുത്ത മാസത്തെ monetary policy committee R B ഐയുടെ റേറ്റ് ഹൈക്ക് കൂടെ കഴിഞ്ഞാൽ പിന്നീട് ആർ ബി ഐ റേറ്റ് ഉയർത്തുകയുണ്ടാവില്ല പിന്നെ അടുത്ത വർഷം ആർ ബി ഐ റേറ്റ് കട്ടിലേക്ക് പോകും എന്നുള്ളതാണ് ഫണ്ട് മാനേജേഴ്സിന്റെ എക്സ്പെക്ടേഷൻ അതാണ് ഈ റിപ്പോ റേറ്റ് പീക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഇയർ ഇറങ്ങും എന്നുള്ളത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജി ഡി പിയുടെ കാര്യം ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ മൂന്ന് പാരാമീറ്റേഴ്സ് എപ്പോഴും പറയും കൺസംഷൻ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പോർട്സ് ഈ മൂന്ന് ഫാക്ടേഴ്സ് ആണ് എപ്പോഴും നമ്മുടെ ജി ഡി പി നയിക്കുന്നത് ഒന്ന് നമ്മുടെയൊക്കെ തന്നെ കൺസംഷൻ ആണ് റൂറൽ കൺസംഷൻ ഈ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വെഹിക്കിൾ രജിസ്ട്രേഷൻസ് ഒക്കെ വളരെ കൂടുതലായിരുന്നു നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടി വരുന്ന ഒരു പോസിറ്റീവ് സൂചനയാണ് യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഡെമോഗ്രാഫി ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമായി നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ജനങ്ങളുള്ള രാജ്യമായി ഇന്ത്യ മാറുന്നു അപ്പോ കൺസംഷന്റെ കാര്യത്തിൽ ഇന്ത്യ സ്ട്രോങ് ആണ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ നെക്സ്റ്റ് ഇയർ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇലക്ഷൻ ഇയർ കൂടെ വരുന്നത് കൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വളരെ കൂടും എന്നുള്ളത് ഇക്വിറ്റി മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൂചനയാണ് എക്സ്പോർട്ട് മാത്രമാണ് അല്പം മന്ദഗതിയിൽ പോകുന്നത് കാരണം വേൾഡ് എക്കണോമിസ് ഒക്കെ തന്നെയും സ്ലോ ഡൗൺ ഫേസിലാണുള്ളത് പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്പും യു കെയും ചൈനയും ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും സ്ലോ ഡൗൺ ആണ് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്സ് അല്പം പ്രശ്നത്തിലാണ് എങ്കിൽ തന്നെയും Indian G D P next year ഏകദേശം ആറ് ശതമാനത്തിന് അടുപ്പിച്ച് തന്നെയായിരിക്കും ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ദശകം ഒരു ഡെക്കേഡ് ഇന്ത്യക്കാണെന്നുള്ളതാണ് എല്ലാ സാമ്പത്തിക വിചക്ഷണന്മാരും പറയുന്നത് അപ്പൊ ഇന്ന് മ്യൂച്വൽ ഫണ്ടിലും ഇക്വിറ്റി മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകർക്ക് അടുത്ത പത്തു വർഷം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ശോഭനമാണ് അല്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ് അപ്പൊ അടുത്ത പത്തു വർഷം കൊണ്ട് ഇന്ത്യ ഇന്ന് നമ്മൾ അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യൻ എക്കണോമി ഉള്ളത് നിങ്ങൾക്കറിയാം അമേരിക്ക ചൈന അത് കഴിഞ്ഞാൽ ജപ്പാൻ ജർമ്മനി ഇന്ത്യ അപ്പൊ നമ്മൾ രണ്ടു വർഷത്തിനുള്ളിൽ ജർമ്മനിയെ ബീറ്റ് ചെയ്യും രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ജപ്പാനെ ബീറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇപ്പോൾ അഞ്ച് ട്രില്യൺ എക്കണോമിയാണ് ജപ്പാൻ അപ്പൊ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള റിഫോമിംഗ് ആക്ടിവിറ്റീസ് ഉൾപ്പെടെ നമ്മുടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഉള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു അതുപോലെ ചൈന പ്ലസ് വൺ സ്ട്രാറ്റജിയിൽ മാനുഫാക്ചറിംഗ് പോലെയുള്ള മേഖലകൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് സൂചനയാണ് ഡിജിറ്റൽ രംഗത്ത് കൈവരിച്ചിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോഴത്തെ അഞ്ചാം സ്ഥാനത്തിരിക്കുന്ന ഇന്ത്യ രണ്ടായിരത്തി മുപ്പതോടുകൂടി നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറുന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പത്ത് വർഷം കൊണ്ട് ഇന്ന് ഇന്ന് നിക്ഷേപിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ഗുണം ഇപ്പോഴത്തെ പെർസ്പെക്റ്റീവിൽ അടുത്ത ഒരു വർഷം ചലഞ്ചിങ് ആയിരിക്കും എന്നുള്ള സൂചന ഞാൻ നൽകുന്നുണ്ടെങ്കിൽ കൂടെ അടുത്തൊരു മൂന്ന് വർഷത്തേക്കുള്ള ഏണിങ്സ് നമ്മൾ എപ്പോഴും കോർപ്പറേറ്റ് ഏണിങ്സിനെ ഡിപെൻഡ് ചെയ്താണ് നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് അപ്പൊ ഏണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ത്രീ ഇയേഴ്സിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പതിനാല് പതിനഞ്ച് ശതമാനത്തോളം തന്നെയാണ് അത് ഏതൊക്കെ സെക്ടറുകൾക്കായിരിക്കും ഗുണം കിട്ടുക എന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് ബാങ്കിങ് ഒരു വലിയ സെക്ടറാണ് അതുപോലെ select N B F Cs അതുപോലെ ഓട്ടോ സെക്ടർ ഓട്ടോ ഇൻഡസ്ട്രി നമുക്കറിയാം ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താൽ ആറ് മാസം മുതൽ ഒരു വർഷം കഴിഞ്ഞൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അത്രയും കൺസംഷൻ നമ്മുടെ കൂടിയെന്നും ഓട്ടോ ഇൻഡസ്ട്രിയിലെ ഡിമാൻഡ് കൂടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ പ്രോഫിറ്റബിലിറ്റിയും അത്ര കണ്ട് കൂടുന്നുണ്ട് ഇന്ത്യയിലുള്ള ഡിസ്ക്രിഷണറി സ്പെൻഡിങ് അത്ര കണ്ട് കൂടിയിട്ടുമുണ്ട് അപ്പോൾ ഓട്ടോ ഇൻഡസ്ട്രി വലിയൊരു ഇൻഡസ്ട്രിയാണ് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഗ്രോത്ത് റിട്ടേൺ എക്സ്പെക്ടേഷൻ കൂടുതലുള്ളൊരു സെക്ടറാണ് ഓട്ടോ സെക്ടർ എന്ന് പറയുന്നത് അതുപോലെ ഗവൺമെന്റ് സ്പെൻഡിങ് ഉള്ളതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറും നെക്സ്റ്റ് ഇയറിന് വളരെ നല്ലതായിരിക്കും അപ്പൊ ഹെൽത്ത് കെയർ അതുപോലെ infra auto sector select N B F Cs അതുപോലെ ബാങ്ക്സ് ഇവയൊക്കെ ആയിരിക്കും നെക്സ്റ്റ് ഇയറിൽ കയറി വരാൻ പോകുന്നത് അപ്പൊ നമ്മൾ നോർമലി ഇപ്പൊ ഞാൻ മാക്രോ അല്ലെങ്കിൽ എക്കണോമിക് ടേംസിലാണ് പറഞ്ഞത് അപ്പോൾ സാധാരണക്കാരൻ അറിയേണ്ടത് എന്റെ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് അടുത്ത ഒരു വർഷത്തേക്ക് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോണ്ട് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഏഴര എട്ട് ശതമാനത്തോളം റിട്ടേൺസ് കിട്ടും അതിന്റെ കാരണം ഇപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ആർ ബി ഐ ഏറ്റവും ഉയർത്തി വെച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്സിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ നോർമൽ എഫ് ഡികൾക്കാണെങ്കിലും ഏഴ് ശതമാനത്തോളം എഫ് ഡി നിരക്കുകൾ വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തേക്ക് ട്രിപ്പിൾ എ പേപ്പറുകൾക്ക് ഏഴര ശതമാനം ഗവൺമെന്റിന്റെ പത്ത് വർഷത്തെ കടപ്പത്രം ഗവൺമെന്റ് സെക്യൂരിറ്റീസിനും ഏഴര ശതമാനത്തോളം ഈൽഡിപ്പുണ്ട് അപ്പോ ഏഴര മുതൽ ഏഴേ മുക്കാൽ ശതമാനം വരെയൊക്കെ bond market fixed income returns നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളിൽ ഒരു വർഷത്തേക്ക് നമുക്ക് സിംഗിൾ ഡിജിറ്റ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഫണ്ട് മാനേജറിന്റെ prediction but four three years ഞാൻ പറയുന്നു ഏർണിംഗ്സ് പെർ ഷെയർ ഞാൻ ആദ്യം പറഞ്ഞു ഇ പി എസ് ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ പെർസെന്റേജ് റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെയും പ്രഡിക്ഷൻ പക്ഷെ for the next one year would be bit volatile അപ്പം ഇന്നത്തെ കറന്റ് സിനാരിയോയിൽ വേൾഡ് എക്കണോമി സ്വല്പം സ്ലോ ഡൗൺ ആയതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ എക്കണോമിയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഡൊമസ്റ്റിക് കമ്പനീസിലായിരിക്കും നമ്മൾ കൂടുതൽ എക്സ്പോഷർ എടുക്കുന്നുണ്ടാവുക അത് ഇത്തരം തീംസിലായിരിക്കും നമ്മൾ ഊന്നൽ നൽകുന്നത് ഒന്ന് മാനുഫാക്ചറിങ് അതുപോലെ പ്രൈവറ്റ് ബാങ്ക്സ് അതുപോലെ കൺസംഷൻ ഓറിയന്റഡ് ആയിട്ടുള്ളത് കെമിക്കൽ കമ്പനികൾ എന്നിവയിലാണ് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുന്നത് മാനുഫാക്ചറിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഗവൺമെന്റ് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മേഖലകൾക്ക് ഊന്നൽ നൽകുന്നുണ്ട് ഈ പറയുന്ന electronics textiles engineering goods conductors automobile industry pharmaceuticals പോലെയുള്ള പല മേഖലകൾക്കും ഗവൺമെന്റ് നൽകുന്ന ഊന്നൽ വളരെ വലുതാണ് നമ്മുടെ manufacturing to G D P percentage മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ താഴെയാണ് നോക്കിയാൽ അറിയാം ജി ഡി പിയിൽ മാനുഫാക്ചറിങ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെറും പതിനാല് പതിനഞ്ച് ശതമാനം മാത്രമാണ് ബാക്കി മൊത്തം നമുക്ക് വരുന്നത് സർവീസസ് ഇൻഡസ്ട്രിയിൽ നിന്നാണ് നമുക്കറിയുന്ന ഐ ടിയും ഹെൽത്ത് കെയറും ബാങ്കിങ്ങും അടങ്ങുന്ന സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്നാണ് നമ്മുടെ മാക്സിമം വരുമാനം വരുന്നത് അപ്പൊ മാനുഫാക്ചറിങ് അടുത്തൊരു ദശകം ഒരു നെക്സ്റ്റ് വൺ ഡെക്കേഡിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ പതിനാല് പതിനഞ്ച് എന്നുള്ളത് ഒരു മുപ്പത് ശതമാനത്തോളം ഒക്കെ വളരാൻ ചൈനയോടൊപ്പം എത്താൻ നമുക്ക് പ്രാപ്തരായാൽ മാനുഫാക്ചറിങ് സെക്ടേഴ്സിൽ വലിയൊരു വിപ്ലവം ഉണ്ടാവും പ്രൈവറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് വലിയൊരു വിപ്ലവം നടക്കുന്ന മറ്റൊരു സെക്ടറാണ് നമ്മൾ നോക്കിയാൽ അറിയാം ഒരു പത്ത് വർഷം മുൻപ് പി എസ് യു ബാങ്കുകളിലായിരുന്നു എൺപത്തിമൂന്ന് ശതമാനം ഡെപ്പോസിറ്റ് വരുന്നത് ഇന്നത് നോക്കിക്കുക അറുപത്തി ഒൻപത് മാത്രമേ ഉള്ളൂ മുപ്പത്തി ഒന്ന് ശതമാനം ഡെപ്പോസിറ്റുകൾ പതിനേഴിൽ നിന്ന് മുപ്പത്തി ഒന്നിലേക്കുള്ള ഡെപ്പോസിറ്റ് ഗ്രോത്ത് പ്രൈവറ്റ് ബാങ്കിലേക്ക് വന്നു ലോൺ ബുക്കിന്റെ കാര്യത്തിലും എൺപത് ശതമാനം പി എസ് യു ബാങ്കുകളായിരുന്നു ഇരുപത് വർഷം മുമ്പുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ട് ഒരു അൻപത് ശതമാനം പ്രൈവറ്റ് ബാങ്കിലും അൻപത് ശതമാനം പി എസ് യു ബാങ്കിലും എന്ന തരത്തിലേക്ക് മാറുകയാണ് അപ്പൊ ലോൺ ബുക്കും സ്ട്രോങ് ആവുന്നു ഡെപ്പോസിറ്റ് ബുക്കും സ്ട്രോങ് ആവുന്നു പ്രൈവറ്റ് ബാങ്കിന്റെ കാര്യത്തിൽ അപ്പൊ അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും അത്ര കണ്ട് വളരെ സ്ട്രോങ് ആണ് അപ്പൊ ഇന്ത്യയിലുള്ള പ്രൈവറ്റ് ബാങ്ക്സ് സ്ട്രോങ് ആയിട്ടുള്ള നിക്ഷേപ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് കൺസംഷൻ നമ്മൾ എപ്പോഴും പറയുന്ന കൺസംഷൻ നമ്മൾ നമ്മൾ അറിയാം ന്യൂക്ലിയറൈസേഷനും നമ്മുടെ വളർന്നു വരുന്ന ഡെമോഗ്രഫി നമ്മുടെ പോപ്പുലേഷൻ ഒക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് പെർ ക്യാപിറ്റ ഇൻകം ഈ പറഞ്ഞ പോലെ പത്ത് വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ആയിരത്തി നാനൂറ്റി അറുപത് ഡോളറിൽ നിന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് ഡോളറിലാണ് നിൽക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് ഡോളറിലേക്ക് പോകും കഴിഞ്ഞ ദിവസം ആർ ബി ഐ ഗവർണറുടെയും പ്രസ്താവന ഉണ്ടായിരുന്നു ഇത്തരത്തിൽ അടുത്ത പത്ത് വർഷത്തേക്ക് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വരുമാനം വളരെ വർദ്ധിക്കുമെന്ന് നമുക്കറിയാം ഇന്ത്യയിൽ അറുപത്തിയഞ്ച് ശതമാനം വരുന്ന പോപ്പുലേഷൻ മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള യങ്സ്റ്റേഴ്സ് ആണ് അപ്പൊ ഈ യങ്സ്റ്റേഴ്സിന്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് അപ്പൊ ഈ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റും വളരെ അത്ര കണ്ട് കൂടുകയാണ് ആ കൺസംഷൻ ആയിരിക്കും നമ്മുടെ ഇന്ത്യക്ക് മറ്റൊരു ഒരു ഒരു വലിയ മുതൽക്കൂട്ടാകാൻ പോകുന്ന മറ്റൊരു ഫാക്ടർ അപ്പൊ ഇന്ത്യയിലെ കൺസംഷൻ ആയിരിക്കും ഇന്ത്യയെ തേർഡ് റാങ്കിലേക്ക് നയിക്കുന്ന ഒരു ഫാക്ടർ എന്ന് നമുക്കറിയാം വിദേശത്തുള്ള മോർഗൻ സ്റ്റാൻലി ഉൾപ്പെടെയുള്ള പല സ്ട്രാറ്റജിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും ഒക്കെ പറയുകയുണ്ടായി അപ്പൊ അത്തരത്തിൽ കൺസംഷൻ വിൽ ലീഡേഴ്സ് പിന്നൊന്ന് കെമിക്കൽ ഇൻഡസ്ട്രി ആണ് ഇന്ന് നമ്മൾ നോക്കിയാൽ അറിയാം നാല് ശതമാനം മാത്രമാണ് കെമിക്കൽ ഇൻഡസ്ട്രി വേൾഡ് മാർക്കറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചൈനയാണ് ഇരുപത്തിയാറ് ശതമാനം അപ്പൊ കെമിക്കൽ ഇൻഡസ്ട്രിയും ഇന്ത്യയിൽ വലിയൊരു ഗ്രോത്ത് വരാൻ പോകുന്ന ഒരു സെക്ടറാണ് അപ്പം ഒരു ഒരു അടുത്തൊരു ത്രീ ഇയേഴ്സ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുകയാണെങ്കിൽ മാനുഫാക്ചറിങ് പ്രൈവറ്റ് ബാങ്ക്സ് അതുപോലെ കൺസംഷൻ അതുപോലെ കെമിക്കൽ ഇൻഡസ്ട്രി ഈ ഒരു മൂന്ന് നാല് സെക്ടറുകളായിരിക്കും ഇക്വിറ്റി മാർക്കറ്റിൽ വിപ്ലവം കൊണ്ടുവരാൻ പോകുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കൊണ്ടുവരാൻ പോകുന്ന sectors for the next one year it will be challenging ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും കാരണം ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് തന്നെ അതർവൈസ് നമുക്ക് വേൾഡ് എക്കണോമീസ് ഒക്കെ തന്നെയും സ്ലോ ഡൗണും ഫേസിൽ തന്നെയാണ് ഇനി അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ ഒരു പരിതസ്ഥിതിയിൽ ഇപ്പൊ നമ്മുടെ ഓവറോൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് ആണ് ഞാൻ പറഞ്ഞത് ക്രിസ്പായിട്ട് അദ്ദേഹം എന്നോട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് അത് ബ്രീഫ് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ ഞാൻ മാർക്കറ്റ് ഔട്ട്ലുക്ക് ഏകദേശം അവസാനിപ്പിക്കുന്നു ഇനി നമ്മൾ അസറ്റ് അലൊക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ ഏത് അവസ്ഥയിലും ഞാനും നിഖിൽ സാറും അടങ്ങുന്ന എല്ലാ വെൽത്ത് മാനേജേഴ്സും എപ്പോഴും പറയാറുള്ള ഒറ്റ വാക്ക് അസറ്റ് അലൊക്കേഷൻ ആണ് പ്രോപ്പർ അസറ്റ് അലൊക്കേഷൻ ആണ് എല്ലാ കാലത്തും എക്കണോമി ഏത് ഫേസിലൂടെ പോയാലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എപ്പോഴും അസറ്റ് അലക്കേഷൻ പാറ്റേൺ പ്രോപ്പർ ആക്കുക എന്നുള്ളത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ അപ്പൊ നമ്മൾ എന്താവണം നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് മാത്രമാണ് എപ്പോഴും ഫിനാൻഷ്യൽ തമ്പ്രൂളൊക്കെ നമ്മൾ പറയും ഹൺഡ്രഡ് മൈനസ് ഏജന്റ് ഇക്വിറ്റി എന്നൊക്കെ പറയും അപ്പൊ പലപ്പോഴും ചിലപ്പോൾ മുപ്പതോ നാൽപ്പതോ വയസ്സുള്ള യങ്സ്റ്റേഴ്സ് പോലും ചിലപ്പോൾ പറയും എനിക്ക് അത്ര കണ്ട് റിസ്ക് എടുക്കണ്ട എന്ന് പറയും അതാണ് ഈ വില്ലിംഗ്നെസ് ടു ടേക്ക് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും റിസ്ക് എടുക്കാനുള്ള എബിലിറ്റി ഒക്കെ ഉണ്ട് പക്ഷെ അതിനുള്ള ഒരു വില്ലിങ്നെസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇക്വിറ്റി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോർ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിലേക്ക് പോവുക അസാധ്യമാണ് അപ്പൊ നമ്മൾ ഏത് അസറ്റ് ക്ലാസ്സിലേക്ക് പോകണം എന്നുള്ളത് ഉറപ്പായിട്ടും നമ്മളൊരു വെൽത്ത് മാനേജറുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് അസറ്റ് ലൊക്കേഷന്റെ കാര്യം നമ്മൾ എപ്പോഴും പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണത് നമ്മുടെ റിസ്ക് അപ്പറ്റൈറ്റ് എന്ത് കണ്ട് എന്താണെന്ന് മനസ്സിലാക്കി റിസ്ക് പ്രൊഫൈലിംഗ് തയ്യാറാക്കിയിട്ടാണ് ഒരു വെൽത്ത് മാനേജർ നിങ്ങൾക്ക് അസറ്റ് ലൊക്കേഷൻ പ്രോപ്പർ ആക്കുക അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റിന് വരുന്ന ഒരു ഇൻവെസ്റ്ററോട് പറയുന്ന കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ബോണ്ട് മാർക്കറ്റിൽ നിന്ന് തന്നെ നമുക്കൊരു ഏഴര എട്ട് ശതമാനത്തോളം ഈൽഡ് എക്സ്പെക്ട് ചെയ്യാം for the next one year equity മാർക്കറ്റിലും നെക്സ്റ്റ് വൺ ഇയറിന് കിട്ടാൻ പോകുന്നത് ഏകദേശം എയ്റ്റ് ടു ടെൻ പെർസെന്റേജ് മാത്രമായിരിക്കും ത്രീ ഇയർ അല്ലെങ്കിൽ five year ten year long term ഇൻവെസ്റ്റ്മെന്റ്സിൽ എപ്പോഴും നമ്മൾ ഇക്വിറ്റി ഓറിയന്റഡ് സ്കീംസിനെ മാത്രമാണ് നമ്മൾ എപ്പോഴും ആശ്രയിക്കേണ്ടത് എന്നുള്ളത് അസറ്റ് ലൊക്കേഷന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും മെയിൻ അസറ്റ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി നമുക്കറിയാം ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണെന്നും ഹൈലി വോളറ്റൈൽ ആണെന്നും ഉള്ളത് നമുക്കറിയാം ഡെറ്റിന്റെ കാര്യത്തിൽ റീസണബിൾ റിട്ടേണേ ഉണ്ടാവുള്ളൂ പക്ഷെ വോളറ്റിലിറ്റി ഇക്വിറ്റിയെക്കാട്ടിലും കുറവാണെന്നുള്ളത് നമുക്കറിയാം കമോഡിറ്റിയുടെ കാര്യത്തിലുള്ള ഒരു കാര്യം നമുക്ക് എപ്പോഴും അറിയാം ഇക്വിറ്റി കുറയുമ്പോൾ ഗോൾഡ് കയറാറുണ്ട് അത് സാധാരണക്കാർക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഇൻഫ്ലേഷൻ ഹെഡ്ജ് അഗൻസ്റ്റ് ഇൻഫ്ലേഷൻ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് കാരണം അനിശ്ചിതാവസ്ഥ എക്കണോമിയിൽ ഉണ്ടാവുമ്പോൾ എപ്പോഴും അഭയം പ്രാപിക്കുന്ന ഒരു അസറ്റ്സ് ആണ് ഈ കമോഡിറ്റീസ് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ എന്ന് പറയുന്നത് മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ് ആണ് മലയാളികളോട് നമ്മളിപ്പോ റിയൽ എസ്റ്റേറ്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഏണിങ്സിനെ കുറിച്ചോ ഒന്നും പറയേണ്ട കാര്യമില്ല റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അല്പം കുറവാണ് റിയൽ എസ്റ്റേറ്റിന്റെ കാര്യത്തിലെങ്കിലും നമ്മൾ ലോങ് ടേം അസറ്റ്സ് എന്ന രീതിയിലാണ് റിയൽ എസ്റ്റേറ്റിനെ കൊണ്ട് നടക്കാറുള്ളത് പക്ഷെ ഇതിന്റെയൊക്കെ ഒരു റിട്ടേൺസ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം കലണ്ടർ ഇയർ റിട്ടേൺസ് നമ്മൾ നോക്കിക്കേ രണ്ടായിരത്തി പതിനൊന്ന് കലണ്ടർ ഇയറിൽ ഗോൾഡ് കൊടുത്തിട്ടുള്ള റിട്ടേൺ മുപ്പത്തി ഒന്ന് ശതമാനവും റിയൽ എസ്റ്റേറ്റ് നൽകിയിട്ടുള്ള റിട്ടേൺ ഇരുപത്തിയാറ് ശതമാനവും ബോണ്ട് ഫിക്സഡ് ഇൻകം കൊടുത്തിട്ടുള്ള റിട്ടേൺ എട്ട് ശതമാനവും ഇക്വിറ്റി കൊടുത്തിട്ടുള്ള റിട്ടേൺ മൈനസ് ട്വന്റി ഫോർ പെർസെന്റേജുമാണ് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനാറിന് മുൻപ് അതായത് ഡിമോണിറ്റൈസേഷൻ ഒക്കെ മുമ്പ് അല്ലെങ്കിൽ ഇത്ര കണ്ട് റിയൽ എസ്റ്റേറ്റിനൊന്നും സ്ട്രിക്റ്റ് അല്ലെങ്കിൽ സ്ട്രിഞ്ചൻ മെഷേഴ്സ് ഒന്നും ഗവൺമെന്റ് എടുക്കാതിരുന്ന ഒരു കാലത്ത് റിയൽ എസ്റ്റേറ്റ് നല്ലൊരു അസറ്റ് ക്ലാസ് തന്നെയായിരുന്നു അന്ന് റിയൽ എസ്റ്റേറ്റ് നൽകിയിട്ടുള്ള റിട്ടേൺസ് വളരെ വലുതുമാണ് double digit consistent return real എസ്റ്റേറ്റിന് അന്ന് നൽകാൻ കേപ്പബിൾ ആയിരുന്നു അന്ന് ഗോൾഡ് നൽകിയിട്ടുള്ള പല വർഷങ്ങളിലും ഗോൾഡ് പോസിറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട് പക്ഷേ ഇക്വിറ്റി പോസിറ്റീവ് ആയിട്ട് പോകുന്ന വർഷങ്ങളിൽ ചില വർഷങ്ങളിലെങ്കിലും ഗോൾഡ് നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തിട്ടുമുണ്ട് അപ്പം ഗോൾഡ് എപ്പോഴും ഒരു അസറ്റ് ക്ലാസ് എന്ന നിലയിൽ ഒരു ഹെഡ്ജിങ് പർപ്പസിനോ അല്ലെങ്കിൽ ഒരു സേഫ് ഹവൻ എന്ന രീതിയിൽ മാത്രം നമ്മൾ കാണുക ഒരു പോർട്ട്ഫോളിയോയിൽ എപ്പോഴും ഒരു ഒരു ട്വന്റി പെർസെന്റേജോളം മാത്രം ഗോൾഡിലേക്ക് വെക്കുന്നതായിരിക്കും കുറച്ച് നന്നാവുക എന്നുള്ളതാണ് എപ്പോഴും ഫണ്ട് മാനേജേഴ്സും സ്റ്റാറ്റിസ്റ്റുകളും ഒക്കെ പറയാറുള്ളത് fixed income based on your risk appetite നമുക്ക് എത്ര കണ്ട് ഇക്വിറ്റിയിലേക്കും എത്ര കണ്ട് ഡെറ്റിലേക്കും പോകാം എന്നുള്ളത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിംഗ് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റിവെക്കേണ്ടതാണ് അപ്പൊ ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഇത്രയേ ഉള്ളൂ different asset classes perform at different points in time നമുക്ക് എപ്പോഴും പറയാൻ കഴിയില്ല ഈ വർഷം ഗോൾഡ് പെർഫോം ചെയ്യുമോ അല്ലെങ്കിൽ ഈ വർഷം റിയൽ എസ്റ്റേറ്റ് പെർഫോം ചെയ്യുമോ അല്ലെങ്കിൽ ഈ വർഷം കടപ്പത്രം പെർഫോം ചെയ്യുമോ അങ്ങനെ ഓരോ അസറ്റ് ക്ലാസിന്റെയും കൃത്യമായിട്ട് ഒരു സാമ്പത്തിക എക്സ്പേർട്ടിനും ഫിനാൻഷ്യൽ എക്സ്പേർട്ടിനും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഇന്ന് അസറ്റ് ക്ലാസ് ആണ് ഡെലിവർ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് എപ്പോഴും അസറ്റ് അലക്കേഷൻ എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഇത് അഗെയിൻ എക്കണോമിയുടെ വേരിയസ് ഫേസസിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ അസറ്റ് ക്ലാസും പെർഫോം ചെയ്യുന്ന ഒരു ചാർട്ടാണ് നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഗ്രീൻ ഷൂട്ട്സ് കാണിക്കുന്നത് economy G D P positive ആയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ asset classes equity and debt and gold നൽകിയിട്ടുള്ള റിട്ടേൺസ് ആണ് ഫസ്റ്റ് ഫേസിൽ നമ്മൾ നോക്കിയാൽ അറിയാം ജി ഡി പി പോസിറ്റീവ് ആയിട്ട് പോകുന്നു ഗോൾഡ് നൽകിയിട്ടുള്ളത് എഴുപത്തിയഞ്ച് ശതമാനം ഇക്വിറ്റി ടു വൺ ഫൈവ് ഇത് അബ്സല്യൂട്ട് റിട്ടേൺസ് ആണ് ഈ അഞ്ച് മുതൽ point two point absolute returns fixed income പതിനേഴ് ശതമാനം കൊടുത്തിരിക്കുന്നു ചില സമയത്ത് ഗോൾഡ് മൈനസ് റിട്ടേൺസ് കൊടുത്തിരിക്കുന്നു എക്കണോമി വളരെ പോസിറ്റീവ് ആയിട്ട് പോകുമ്പോൾ ഇക്വിറ്റി കൂടുതൽ റിട്ടേൺസും ഗോൾഡ് നെഗറ്റീവും കൊടുക്കുന്നു അതേസമയം കോവിഡ് പീക്ക് ചെയ്ത സമയത്തൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം ഗോൾഡ് വളരെ നല്ല റിട്ടേൺസ് കൊടുത്തിരിക്കുന്നു ഇക്വിറ്റി മൈനസിലേക്ക് പോകുന്നതായിട്ടുള്ള കാണാം അപ്പോൾ എക്കണോമിക് ഫേസ് ഡൗൺ ട്രെൻഡിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഗോൾഡ് എന്ന അസറ്റ് ക്ലാസ് നല്ല റിട്ടേൺസ് കൊടുക്കും ഫിക്സഡ് ഇൻകം ആവറേജ് റിട്ടേൺസ് കൊടുക്കും ഇക്വിറ്റി മൈനസിലേക്ക് പോകും എക്കണോമി പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബോണ്ടും ഒരുവിധം നല്ല റിട്ടേൺസ് കൊടുക്കും ഇക്വിറ്റിയും നല്ല റിട്ടേൺസ് കൊടുക്കും ഗോൾഡ് അത്ര കണ്ട് നല്ല റിട്ടേൺസ് കൊടുക്കണമെന്നില്ല അപ്പൊ ഈ കോറിലേഷൻ ബിറ്റ്വീൻ അസറ്റ് ക്ലാസസ് നോക്കിക്കഴിഞ്ഞാൽ ഇക്വിറ്റിയും ഗോൾഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല ഇക്വിറ്റി പോസിറ്റീവായിട്ട് പോകുമ്പോൾ ഗോൾഡ് നെഗറ്റീവ് ആയിട്ടാണ് പോകുന്നത് ഫിക്സഡ് ഇൻകം പോസിറ്റീവായിട്ട് പോകുമ്പോൾ ഗോൾഡ് നെഗറ്റീവ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ എപ്പോഴും ഇത് റേറ്റ് ഡാലിയോ റേറ്റ് ഡാലിയോ നമ്മുടെ വാരൻ ബുഫറ്റ് ഒരു വലിയ ഇൻവെസ്റ്റർ ആണ് യു എസിലുള്ള വലിയൊരു ഇൻവെസ്റ്റർ ആണ് അദ്ദേഹം പറഞ്ഞ കാര്യമാണിത് ഈ asset location is the key determinant portfolio performance എന്നുള്ളത് തൊണ്ണൂറ്റി ഒന്നര ശതമാനം റിട്ടേൺസും ആട്രിബ്യൂട്ട് ചെയ്യുന്നത് അസറ്റ് ലൊക്കേഷൻ എന്നുള്ളൊരു കീയിൽ തന്നെയാണ് അപ്പൊ നമ്മൾ അസറ്റ് ലൊക്കേഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു വരാനുള്ളത് അപ്പൊ മൾട്ടി അസറ്റ് അലക്കേഷൻ എന്ന് പറയുന്ന ഒരു തീം ഉണ്ട് വെൽത്ത് മാനേജേഴ്സ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരും അത്തരത്തിലുള്ള തീം അത് നമ്മൾ കോർ ഇക്വിറ്റി പോർട്ട്ഫോളിയോ ഈ മൾട്ടി അസറ്റ് കണ്ടോ ഈ blue line indicates equity investment this one indicates fixed income debt ആണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് ഗോൾഡ് ആണ് സൂചിപ്പിക്കുന്നത് ഈ ഗ്രീൻ കാണിക്കുന്നത് മൾട്ടി അസറ്റ് പോർട്ട്ഫോളിയോ ആണ് മൾട്ടി അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് തന്നെ നിഖിൽ സാർ തന്നെ സെറ്റ് ചെയ്ത് തരും ആ പോർട്ട്ഫോളിയോക്കകത്ത് minimum of sixty five percentage equity ഉണ്ടാവും ഇരുപത് ശതമാനത്തോളം ബോണ്ട് ഉണ്ടാവും ഏകദേശം fifteen to twenty percentage gold ഉണ്ടാവും അത്തരത്തിലുള്ള ഒരു മൾട്ടി അസറ്റ് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ നൂറ് ശതമാനം ഇക്വിറ്റിയിൽ പോയിട്ടുള്ള ഒരു നിക്ഷേപകന് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റിട്ടേൺ പതിനേഴ് ശതമാനവും മൾട്ടി അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നിക്ഷേപകൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റിട്ടേൺ ഫിഫ്റ്റീൻ പെർസെന്റേജും ഒരാൾ ഗോൾഡിൽ മാത്രം ഇരുപത് വർഷം നിക്ഷേപിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റിട്ടേൺ ലെവൻ പെർസെന്റേജും ഒരാൾ ബോണ്ടിൽ മാത്രം നിക്ഷേപിച്ചിരുന്നെങ്കിൽ കിട്ടിയിട്ടുള്ള റിട്ടേൺ സെവൻ പെർസെന്റേജുമാണ് സോ ഇറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അസറ്റ് ലൊക്കേഷൻ കീ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്നുള്ളതാണ് അപ്പം നൂറ് ശതമാനം ഇക്വിറ്റി ഈ മൾട്ടി അസറ്റ് അപ്പൊ മൾട്ടി അസെറ്റ്സിന് നോക്കിക്കേ താരതമ്യേന അറുപത്തിയഞ്ച് ശതമാനം ഇക്വിറ്റി മാത്രം റിസ്ക് എടുത്തിട്ടുള്ള ഒരു നിക്ഷേപകൻ ഇക്വിറ്റിയുടെ ഏകദേശം എയ്റ്റി ഫൈവ് പെർസെന്റേജോളം റിട്ടേൺസ് ഇവിടെ നമ്മൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു റിസ്ക് അത്ര കണ്ട് എടുത്തിട്ടുമില്ല റിസ്ക് അറുപത്തിയഞ്ച് ശതമാനത്തിന്റെ റിസ്ക് എടുത്ത് എൺപത്തിയഞ്ച് ശതമാനം റിട്ടേൺസ് ക്യാപ്ചർ ചെയ്യാൻ ഒരു മൾട്ടി അസറ്റ് പോർട്ട്ഫോളിയോക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇതാണ് അസറ്റ് അലക്കേഷന്റെ ഇമ്പോർട്ടൻസ് ഒരാൾ ഗോൾഡ് നമ്മൾ കാണുന്ന മഞ്ഞലോഹത്തിന് അത്ര കണ്ട് റിട്ടേൺസ് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞ ഇരുപത് വർഷത്ത് കഴിഞ്ഞിട്ടില്ല ലെവൻ പെർസെന്റേജ് മാത്രമാണ് റിട്ടേൺസ് കൊടുത്തിട്ടുള്ളത് കടപ്പത്രം അല്ലെങ്കിൽ ഒരാൾ എഫ് ഡിയിൽ മാത്രം നിക്ഷേപിച്ച ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ശരാശരി ഏഴ് ശതമാനം മാത്രമാണ് അപ്പം ഇത് ഇത് അഗൈൻ റിസ്ക് അല്ലെങ്കിൽ അതിന്റെ വളച്ചലിറ്റി കാണിക്കുന്ന ഒരു ചാർട്ടാണ് നൂറ് ശതമാനം ഇക്വിറ്റിയിലേക്ക് പോയിട്ടുള്ള ഒരാളുടെ ആവറേജ് ഡ്രോ ഡൗൺ മൈനസിലേക്ക് പോകുന്ന വളച്ചലിറ്റി പരിശോധിച്ചു കഴിഞ്ഞാൽ ഗോൾഡിനേക്കാളും അല്ലെങ്കിൽ ഇക്വിറ്റിയേക്കാളും വളച്ചിലിറ്റി കുറവാണ് മൾട്ടി അസറ്റിൽ നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കാം എന്ന് വെച്ചാൽ if you are investing into multi asset portfolio with sixty five percentage equity exposure അറുപത്തിയഞ്ച് ശതമാനം ഇക്വിറ്റിയും ഇരുപത് ശതമാനം ബോണ്ടും ഒരു ഫിഫ്റ്റീൻ ട്വന്റി പെർസെന്റേജ് ഡെറ്റും ഒക്കെയുള്ള ഒരു പോർട്ട്ഫോളിയോ ബോണ്ട് അല്ലെങ്കിൽ ഗോൾഡ് പ്ലസ് ഇക്വിറ്റി അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നിക്ഷേപിക്കുന്ന ഒരു നിക്ഷേപകന് വോളറ്റിലിറ്റി വളരെ കുറവാണ് മറ്റ് അസറ്റ് ക്ലാസ്സുകളെ അപേക്ഷിച്ച് എന്നുള്ളതാണ് ഇത് നോക്കിയാലും അത് തന്നെയാണ് മനസ്സിലാവുക one year to fifteen year return നോക്കിയാൽ നൂറ് ശതമാനം ഇക്വിറ്റിയിലേക്ക് പോയിട്ടുള്ള റിട്ടേൺ ഇതാണ് ഫിക്സഡ് ഇൻകം ബോണ്ടിലേക്ക് പോയിട്ടുള്ളയാൾ ഗോൾഡിൽ നിക്ഷേപിച്ചിട്ടുള്ളയാൾ മൾട്ടി അസറ്റ് പോർട്ട്ഫോളിയോ വിത്ത് ഒരു sixty five equity twenty bond and twenty gold gold അല്ലെങ്കിൽ കമോഡിറ്റീസ് uh, അങ്ങനെ നിക്ഷേപിച്ചിട്ടുള്ള ഒരാൾക്ക് കിട്ടിയിട്ടുള്ള റിട്ടേൺ ആണ് അദ്ദേഹത്തിന്റെ വോളച്ചിലിറ്റി നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിനേക്കാളും ഇക്വിറ്റിയേക്കാളും വോളച്ചിലിറ്റി മൾട്ടി എസെറ്റ്സിന് കുറവാണ് അത് ഷാർപ്പ് റേഷ്യോ അല്ലെങ്കിൽ നമ്മൾ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺ പെർസ്പെക്റ്റീവിൽ നോക്കിയാലും it has delivered better better return അപ്പൊ നമ്മൾ എപ്പോഴും കീ എലമെന്റ് എന്നുള്ളത് അസറ്റ് അലൊക്കേഷൻ തന്നെയാണ് അത് നമ്മൾ എത്ര ഗോൾഡിലേക്ക് പോവാം എത്ര ഡെറ്റിലേക്ക് പോവാം എത്ര ഇക്വിറ്റിയിലേക്ക് പോകാം എന്നത് നിർണ്ണയിക്കേണ്ടത് നമ്മുടെ റിസ്ക് അപ്പറ്റൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് പ്രൊഫൈലിംഗ് എന്നതിനെ ബേസ് ചെയ്ത് തന്നെയാണ് അപ്പൊ അസറ്റ് അലക്കേഷൻ അല്ലെങ്കിൽ പവർ ഓഫ് അസറ്റ് അലക്കേഷൻ ഇത് തന്നെയാണ് നമുക്ക് ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് നമ്മൾ എപ്പോഴും കഴിഞ്ഞ വർഷം എനിക്കൊരു ഐ ടി ഓറിയന്റഡ് സ്കീമിൽ നിന്ന് അമ്പത് ശതമാനം റിട്ടേൺ കിട്ടി എന്ന് പറഞ്ഞ് അടുത്ത് ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ സ്കീംസിലും എനിക്ക് ഇരുപതോ മുപ്പതോ ശതമാനം റിട്ടേൺ വേണം എന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഒരു നോമിനൽ ജി ഡി പിയുടെ റിട്ടേൺ ആണ് normal real G D P plus inflation എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇന്ത്യയുടെ ജി ഡി പി അടുത്ത വർഷത്തേക്ക് ഏകദേശം ആറ് ശതമാനവും നാണയപ്പെരുപ്പ നിരക്ക് ഇൻഫ്ലേഷനും ഏകദേശം ആറ് ശതമാനമാണ് അപ്പൊ ആറ് പ്ലസ് ആറ് എന്നതാണ് നോമിനൽ ജി ഡി പി നമ്മുടെ എക്കണോമി അതിൽ കൂടുതൽ വളരില്ല ഏകദേശം ട്വൽവ് പെർസെന്റേജ് ആയിരിക്കും എക്കണോമിയുടെ വളർച്ച നമ്മുടെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ഏഴ് ശതമാനമാണെങ്കിൽ ഇവിടെ പന്ത്രണ്ട് ശതമാനം കിട്ടിയാൽ വി മസ്റ്റ് ബി ഹാപ്പി അപ്പൊ നമുക്ക് പിന്നെ ഉണ്ടാവേണ്ടത് പ്രൊട്ടക്ഷൻ ആണ് എന്റെ പോർട്ട്ഫോളിയോയ്ക്ക് മാക്സിമം റിസ്ക് എടുക്കുക മാക്സിമം റിട്ടേൺ ആണെങ്കിൽ you are an aggressive customer അപ്പൊ നമ്മൾ അഗ്രസീവ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടുന്ന പോർട്ട്ഫോളിയോയിലേക്ക് പോകാം പക്ഷേ ലോങ് ടേം ആയിരിക്കണം ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ ഷോർട്ട് ടേമിലേക്ക് അഗ്രസീവ് റിട്ടേൺ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് അങ്ങനെ പോകുന്നവരാണ് സ്ട്രോങ്ങും സേഫുമായിട്ടുള്ള തൃശൂർ ബേസ് ചെയ്തിട്ടുള്ള വലിയ കമ്പനികളിലൊക്കെ പോയിട്ട് നിക്ഷേപിക്കുന്നത് ദയവ് ചെയ്ത് അങ്ങനെ അഗ്രസീവ് ആയിട്ട് റിട്ടേൺ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് അങ്ങനെ ഒരു റിട്ടേൺ ഇന്ത്യയിൽ എന്നല്ല വേൾഡിൽ ഇല്ല അപ്പൊ അങ്ങനെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ മനസ്സിൽ വെക്കുക nominal G D P return ആയിരിക്കണം നമ്മുടെ എക്സ്പെക്ടേഷൻ ഒരു ഏകദേശം പന്ത്രണ്ട് ശതമാനം റിട്ടേൺ അപ്പൊ അതിന് മുകളിൽ കിട്ടുന്നതൊക്കെ ബോണസ് ആയിട്ട് കരുതിയാൽ അത് പോർട്ട്ഫോളിയോ മാനേജേഴ്സ് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് തരുമ്പോൾ നമുക്ക് നല്ല റിട്ടേൺസ് വരും എന്ന് വെച്ചിട്ട് അത് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ലോങ് ടേം പോകണം എന്നൊരിക്കലും ആഗ്രഹിക്കരുത് ഒരു ട്വൽവ് തേർട്ടീൻ ഫിഫ്റ്റീൻ പെർസെന്റേജ് റേഞ്ചിൽ ഉണ്ടെങ്കിൽ വി മസ്റ്റ് ബി ഹാപ്പി അപ്പൊ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ ഉള്ളത് കോർ ഇക്വിറ്റിയിലേക്കും ബാക്കി ഒരു ത്രീ ഇയർ ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ മാത്രമാണ് ഉള്ളതെങ്കിൽ മൾട്ടി അസറ്റ് പോർട്ട്ഫോളിയോ പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിലേക്കും പോകുന്നതാണ് ഇന്നത്തെ ഒരു എക്കണോമിക് ജംഗ്ഷനിൽ ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് so over to Nikhil sir thank you thank you sir thank you എനിക്ക് തോന്നുന്നു വളരെ കാര്യമായിട്ട് മാർക്കറ്റ് സിറ്റുവേഷൻ ഒക്കെ ഇത്രയും സിമ്പിൾ ആയിട്ട് അരമണിക്കൂറിൽ പറയാന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല അത് താഴ്ച തന്നതിന് താങ്ക് യു സോ മച്ച് ഇതില് എപ്പോഴും ഈ ഒരു ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് എങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു ജനറൽ വ്യൂ പല ആൾക്കാർക്കും ഇല്ല എന്നുള്ളത് ഒരു കാര്യം പക്ഷെ എന്നാലും ഒത്തിരി ഇൻഫോർമേഷൻ ഓവർലോഡായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ എല്ലാവർക്കും എന്താണ് ഈ സംഗതി എന്ന് മനസ്സിലാവുന്നില്ല അപ്പോ ഇത്തരം കാര്യങ്ങൾ സാറൊരു വളരെ സിമ്പിളായിട്ട് പറയാനായിട്ട് സാധിച്ചതിൽ സ്പെഷ്യൽ താങ്ക്സ് ഇവൻ എനിക്കും കുറെ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റി എന്നുള്ളതൊരു കാര്യം ഇപ്പൊ പലവർക്കും ഉള്ളൊരു സംശയം ഞാനിപ്പോ അടുത്ത ഒരു പതിനഞ്ച് മിനിറ്റ് എൻ്റെതായ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോ നമുക്കൊരു ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് സംസാരിക്കാം ഇതിനിടയിൽ ഓഡിയൻസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാം കാരണം ഞാൻ എല്ലാവർക്കും കൂടിയും ചാറ്റിൽ ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് എനിക്കോ കോഹോസ്റ്റിനോ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് പറ്റും അത് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാം അപ്പോൾ രശ്മി ചോദിച്ചിട്ടുണ്ട് can you explain this separately in YouTube okay നമ്മൾ അതും ചെയ്യാനായിട്ട് ശ്രമിക്കാം യൂട്യൂബിൽ ഈ ഇന്നത്തെ സെഷന്റെ റെക്കോർഡഡ് സെഷൻ ഡെഫിനറ്റ്ലി അവൈലബിൾ ആയിരിക്കും ഇതേമാതിരത്തെ സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇറക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവസാനം പറഞ്ഞു നമ്മളിപ്പോ കുറെ കാര്യങ്ങളൊക്കെ ഈ ന്യൂസുകൾ എല്ലാവരും മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ ഇന്നത്തെ സിറ്റുവേഷൻ അല്ല നാളാണ് ഈവൻ ഇപ്പോ നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഫ്ലേഷൻ കൂടിയതും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ ഉള്ള റഷ്യൻ വാറും ഇനി അടുത്ത എന്താണെന്നുള്ള ഇനി ഇനി കുറെ കൺട്രികൾ ഇപ്പൊ എക്കണോമിക് സിറ്റുവേഷനിൽ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അത്തരം രാജ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും ആക്രമണത്തിന് അവരുടെ ട്രൈ ആയിരിക്കും ഇതൊക്കെ വലിയൊരു ടെൻഷനാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു നമ്മുടെ അടുത്തുള്ള ഒരു പത്ത് ലക്ഷം നമ്മുടെ അടുത്തുള്ള അഞ്ചു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇത്തരം കാര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോ ഒരു എന്റെ കയ്യിൽ ഇപ്പൊ ഒരു ഒരു ലക്ഷം പത്ത് ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം ആ പൈസ എനിക്കിപ്പോ എന്റെ കയ്യിൽ ഇപ്പൊ ഞാൻ ഇപ്പോ എനിക്കൊരു ഗ്രാറ്റുവിറ്റി കിട്ടിയ കാശ് അല്ലെങ്കിൽ എനിക്കൊരു ബോണസ് കിട്ടിയ ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ആ പൈസ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞാല് മ്യൂച്വൽ ഫണ്ട് ഒന്നും പറയണ്ട എഫ് ഡിയും എല്ലാ സാധനങ്ങളും കൂടി നാട്ടിലുള്ളത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അതിനെ അലോക്കേറ്റ് ചെയ്യണം സാർ ഒരു സാറിന്റെ ഇപ്പൊ ഒരു പത്ത് ലക്ഷം രൂപ സാറിന്റെ ഒരു വളരെ മാർക്കറ്റ് അറിയാത്ത ഒരാൾ എങ്ങനെ ഇരിക്കും സാർ അത് അലോക്കേറ്റ് ചെയ്യണമെന്ന് എന്ന് പറയാമോ അതെ അത് ഇതിൽ ഏജ് ഒരു ഫാക്ടറാണ് സാർ ഏജ് പറഞ്ഞില്ല എങ്കിലും ഒരു ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ജനറലൈസ് ചെയ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഏജിലുള്ള ഒരാൾ വന്ന് പത്ത് ലക്ഷം രൂപ investment three year investment horizon വരികയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീഡിയം മോഡറേറ്റ് റിസ്കിൽ പോകുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ മോഡറേറ്റ് റിസ്ക് മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം അദ്ദേഹത്തോട് ആരായുക അല്ല ഇയാൾക്ക് ഞാൻ പറഞ്ഞ അടുത്ത ഏഴു വർഷത്തേക്ക് കാശേ വേണ്ടെന്ന് പറയുന്നത് വയസ്സ് കൊടുക്കേണ്ട ഏഴു വർഷത്തേക്ക് കാശ് വേണ്ട ഏഴു വർഷത്തേക്ക് കാശ് വേണ്ടെങ്കിൽ നമ്മൾ ആദ്യം അദ്ദേഹത്തോട് ചോദിക്കും സർ റിസ്ക് അപ്പറ്റേറ്റ് അദ്ദേഹം അദ്ദേഹം ഹൈലി അഗ്രസീവ് കസ്റ്റമർ ആണോ എന്ന് ആദ്യം ചോദിക്കും എന്നിട്ട് നമ്മൾ അദ്ദേഹത്തോട് ഇക്വിറ്റി ടാക്സേഷനിലുള്ള ഹൈബ്രിഡ് ഫണ്ടുകൾ റെക്കമെൻഡ് ചെയ്യും ഇതാണ് ഐഡിയലി ചെയ്യുക നമ്മളൊരു ഇപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മൾട്ടി അസറ്റ് ഫണ്ടുകൾ അല്ലെങ്കിൽ ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ ഹൈബ്രിഡ് ഫണ്ടുകൾ ഇതാണ് ഒരു ലംസം എഫ് ഡിക്ക് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സംഗതി ഒരു ത്രീ ഇയർ ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ ആണെങ്കിൽ മറിച്ചാണ് sir three year investment horizon ആണെങ്കിൽ നമ്മൾ അതിന് മിക്സ് ചെയ്ത് പറയും കാരണം അതിനകത്ത് കുറച്ച് ഡെറ്റ് കമ്പോണന്റ് കൂടെ വേണ്ടി വരും കാരണം ഇന്ന് ഞാൻ പറഞ്ഞു ഏഴര ശതമാനം ഒക്കെ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റുകളുടെ റിട്ടേൺസ് കിട്ടുന്നുണ്ട് ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിന് ഏഴര കിട്ടുക എന്ന് പറയുന്നത് ബാങ്ക് എഫ് ഡിയെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ ക്യാപിറ്റൽ ഗെയിൻഡ് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്താ ആർ ബി ഐ റേറ്റ് കുറയ്ക്കാൻ നേരത്ത് ഈ ഏഴര എന്നുള്ളത് അബ്സല്യൂട്ട് റിട്ടേൺ എട്ടര മുതൽ ഒൻപതായിട്ട് മാറും അപ്പൊ സാർ ഇപ്പൊ ഏഴര ശതമാനം കിട്ടുന്ന ബോണ്ടിൽ നിക്ഷേപിക്കുകയും മൂന്ന് വർഷം കഴിഞ്ഞ് അദ്ദേഹം പിൻവലിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഏഴര എല്ലാം ഉണ്ടാവുക eight point five to nine percentage ഉണ്ടാവും അതിന്റെ റീസൺ ഉറപ്പ് പറയാനുള്ള റീസൺ ആർ ബി ഐക്ക് നമുക്ക് ഗവൺമെന്റിനാണെങ്കിലും എക്കണോമിക് വളർച്ച ഉണ്ടാവാൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉയർത്തിക്കൊണ്ട് തന്നെ പോയാൽ പറ്റുകയില്ല അപ്പൊ എന്ത് സംഭവിക്കും ആർ ബി ഐക്ക് റേറ്റ് കട്ടിലേക്ക് കടക്കണം ആറു മാസത്തിനപ്പുറം നമുക്ക് കാണാം ആർ ബി ഐ റേറ്റ് താഴ്ത്തുന്നതായിട്ട് അപ്പം ഒരു നൂറ് ശതമാനം സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എനിക്ക് വേണ്ടത് അടുത്ത മൂന്ന് വർഷത്തേക്ക് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് പറയുക കാരണം ഇന്ന് ഇൻഫ്ലേഷനും ആറ് ശതമാനത്തിൽ നിൽക്കുകയാണ് അപ്പൊ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് കൂടെ കിട്ടുന്നുണ്ട് നമ്മുടെ ടാക്സേഷൻ ആംഗിളിൽ നോക്കുമ്പോൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കൂടെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് കിട്ടുന്നുണ്ട് മൂന്ന് വർഷത്തെ ബാങ്ക് എഫ് ഡിയിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് മൂന്ന് വർഷത്തെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ ഡെറ്റ് ഫണ്ടുകളിൽ പോകുന്നതാണ് നല്ലത് അവിടെ നമുക്കൊരു എയ്റ്റ് പോയിന്റ് ഫൈവ് പെർസെന്റേജോളം റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും അതല്ല അദ്ദേഹത്തിന് ഇക്വിറ്റിയുടെ ടാക്സേഷൻ മോഡറേറ്റ് റിസ്ക് ക്ലൈന്റ് ആണ് എനിക്ക് ഒരു ടെൻ പെർസെന്റേജ് റേഞ്ചിൽ എനിക്ക് റിട്ടേൺ ആഗ്രഹിക്കുന്നു എന്നൊരു ക്ലൈന്റ് പറയുകയാണ് three to five year investment horizon ഉണ്ടെങ്കിൽ he can opt multi asset portfolios ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മൾ തന്നെ സ്കീമുകൾ ഓപ്റ്റ് ചെയ്യണമെന്നില്ല ഫണ്ട് മാനേജേഴ്സ് തന്നെ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പല ഫണ്ട് ഹൗസസിനും ഉണ്ട് മൾട്ടി അസറ്റ് ഫണ്ടുകൾ എന്ന പേരിൽ ഇറങ്ങുന്നുണ്ട് ആ ഫണ്ടുകൾ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ നോക്കിയാൽ നമുക്കറിയാം that has delivered twelve to fifteen percentage return അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ അറുപത്തിയഞ്ച് ശതമാനമാണ് അതിന്റെ ഇക്വിറ്റി ഇരുപത് ശതമാനം ബോണ്ട് ഇരുപത് ശതമാനത്തോളം ഗോൾഡിലും കൂടെ നിക്ഷേപം വരുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന മൂന്ന് ഫേവറേറ്റ് അസറ്റ് ക്ലാസുകൾ അടങ്ങുന്ന ഒരു പോർട്ട്ഫോളിയോ വിത്ത് മിനിമൽ റിസ്ക് അതിനകത്ത് നമുക്ക് ടെൻ ടു ട്വൽവ് പെർസെന്റേജ് ഒക്കെ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാം three to five year investment horizon ആണെങ്കിൽ അതല്ല നിഖിൽ സാറ് സൂചിപ്പിച്ച പോലെ ഏഴു വർഷത്തിന് മുകളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും സാർ ഈ തരുന്ന പത്ത് ലക്ഷം രൂപയിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ഫ്ലെക്സി ക്യാപ് മൾട്ടി ക്യാപ് ഉള്ള ഒരു പോർട്ട്ഫോളിയോയിലേക്ക് പോവുക ബാക്കി വരുന്ന തുക നമുക്ക് ഈ പറഞ്ഞ കൺസംഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള തിമാറ്റിക് സ്കീമുകളിലേക്ക് ഒരു രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ മാറ്റുക ബാക്കി മൂന്ന് ലക്ഷം ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് പോലെയുള്ള I mean market cap oriented ആയിട്ടുള്ള സ്റ്റോക്സ് അടങ്ങുന്ന പോർട്ട്ഫോളിയോകളിൽ സ്മോൾ മിഡ് ലാർജ് ഇതിലേക്ക് ഏതെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ റിസ്ക് അനുസരിച്ച് മാറ്റുക അങ്ങനെയാണ് കോർ ഇക്വിറ്റി അലക്കേറ്റ് ചെയ്യുന്നത് അപ്പോ ഡെറ്റിലേക്ക് ഇന്നുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത് കടപ്പത്ര നിക്ഷേപങ്ങൾക്ക് കിട്ടുന്ന ഏഴര മുതൽ ഒൻപത് ശതമാനം വരെ റിട്ടേൺസ് കിട്ടുന്നതിനെ ഇന്നത്തെ പരിസ്ഥിതിയിൽ തള്ളിക്കളയരുത് ഓക്കെ അപ്പൊ നമ്മൾ ഡെറ്റിലും കൂടി അലോക്കേഷൻ കൂട്ടണം അലോക്കേഷൻ കൂട്ടണം എന്നുള്ളതാണ് സാർ എനിക്ക് മൂന്ന് വർഷമൊക്കെ ഉള്ളെങ്കിൽ ശരിയായിരിക്കും എസ്പെഷ്യലി നമ്മുടെ ഓഡിയൻസിന് അത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകത ഇപ്പൊ പലവരും പോയിട്ട് പറയും ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഫിക്സഡ് റിട്ടേൺ ഇപ്പൊ ഒരു പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം ഒക്കെ ഒറ്റയടിക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇതൊക്കെ പലപ്പോഴും ഒരു ഏജൻസി ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ ഏജൻസി വീട്ടിൽ വന്നിട്ട് കുറെ നമ്മളെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോ അത്തരം സ്കീമുകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ ഇതില് ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കുറെ ഫ്രോഡ് ഇൻവെസ്റ്റ്മെന്റുകളും കുറെ കാര്യങ്ങളൊക്കെ വരുന്നത് എസ്പെഷ്യലി ലംസം ഇൻവെസ്റ്റ്മെന്റിലാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അത്തരം ഇൻവെസ്റ്റ്മെന്റുകളാ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എസ്പെഷ്യലി നമ്മുടെ അടുത്തൊരു വേറെ ഒന്നും വേണ്ട ഇപ്പൊ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ബാങ്കിൽ ലംസം ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ബാങ്കിലത്തെ ആർ എമ്മിന് അറിയാൻ പറ്റും അപ്പൊ കൃത്യമായിട്ട് പുള്ളി വന്നിട്ട് ഏതെങ്കിലും ഇൻഷുറൻസ് പോളിസി പിടിച്ച് പിടിപ്പിച്ച് വെക്കും അല്ലെങ്കിൽ ഇയാള് റിട്ടയർമെന്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ എല്ലാ നാട്ടുകാർക്കും അറിയാം ഏത് ആൾക്കാരുടെ തന്നെ ഗ്രാറ്റുവിറ്റി ഉള്ളതെന്ന് വെച്ചിട്ട് അങ്ങനെ ഇവരെ വന്ന് ചാക്കിട്ട് പിടിച്ചിട്ട് പന്ത്രണ്ട് ശതമാനം പത്ത് ശതമാനം കിട്ടാന്ന് പറഞ്ഞിട്ട് പോയി പെടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എനിക്ക് എന്നെ പറ്റിക്കപ്പെടാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്റെ റിസ്ക് കുറഞ്ഞ മാർക്കറ്റ് റിസ്ക് അല്ല പറയുന്നത് മെയിൻ ആയിട്ട് ആ ഒരു ഐഡന്റിഫൈഡ് എങ്ങനെയാണെന്ന് പറയാമോ ഇതില് ഇതില് രണ്ട് കാര്യങ്ങളാണ് സർ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോയിട്ട് ഇതുപോലെ ഒരു അവയർനെസ് പ്രോഗ്രാം എടുക്കുമ്പോൾ ഒരു നിക്ഷേപകൻ അവസാനം വന്നതിനോട് ഒരു ചോദിച്ചു ഒരു ഒരു കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന പേരിലൊരു സ്ഥാപനം ഒരു പർട്ടിക്കുലർ നിധി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു അതിപ്പോ പിടിക്കപ്പെട്ടു ഫ്രോഡ് കമ്പനി ആയിരുന്നു വലിയ റിട്ടേൺസ് വാഗ്ദാനം ചെയ്ത് പ്രത്യേകിച്ചും ഈ ഹൈവേ അക്വിസിഷന്റെ ഒക്കെ ഭാഗമായിട്ട് കുറെ ആളുകളുടെ കയ്യിൽ കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇവർ അവരെ ട്രാപ്പ് ചെയ്യുകയും അവരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയുമാണ് അവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ കണ്ണൂരിലെ അത്ര ഹതഭാഗ്യനായ ഒരു നിക്ഷേപകൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ആദ്യകാല ആദ്യകാലങ്ങളിൽ തന്നു പിന്നീട് കിട്ടിയില്ല എന്ന് അദ്ദേഹം വിഷമത്തോടെ പറയുകയുണ്ടായി അപ്പോൾ നമ്മൾ ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു ബോണ്ട് സ്കീമുകളിൽ നിക്ഷേപിക്കാൻ പറയുമ്പോൾ പോലും നമ്മൾ ഡൗട്ടോട് കൂടിയാണ് ചിന്തിക്കുന്നത് എന്താ ഓ ഇതിൽ പോയാൽ ഇനി പൈസ പോകുമോ എന്ന് പക്ഷെ ഒരാൾ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു ഒരു ഒരു കടക്കെട്ടിടത്തിൽ ഇരിക്കുന്ന ഒരു ഒരാൾ വന്നിട്ട് നമ്മളോട് പന്ത്രണ്ടോ പതിനഞ്ചോ ശതമാനം ഓഫർ ചെയ്യുമ്പോൾ നമ്മളത് എടുക്കുകയുമാണ് ചെയ്യുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ സ്കീമിനകത്ത് അറുപത് മുതൽ നൂറോളം ഇത്തരത്തിലുള്ള ബോണ്ടുകൾ അടങ്ങിയിട്ടുണ്ട് അതും സെക്യൂർഡ് ആയിട്ടുള്ള ട്രിപ്പിൾ എ റേറ്റഡ് ആയിട്ടുള്ള പല കമ്പനികളുടെയും ബോണ്ട് അടങ്ങിയിട്ടുള്ളതാണ് ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ സ്കീം എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പോയി ചാടുന്നത് അഷ്വേർഡ് എന്ന വാക്ക് കേട്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഈ ഓർഗനൈസേഷൻസിന്റെ പേപ്പറിൽ പോയി പെടുന്നത് അതിൽ അവർ ഉപയോഗിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുണ്ട് എന്നുള്ളതൊക്കെയാണ് അത് വളരെ തെറ്റായ പ്രചരണമാണ് ഇത് എൻ ബി എഫ് സിയുടെ ലൈസൻസ് പലർക്കും ഇല്ലാതെയാണ് പലരും വർക്ക് ചെയ്യുന്നത് എൻ ബി എഫ് സിയുടെ ലൈസൻസ് ഉള്ള നമുക്ക് അറിയുന്ന പ്രമുഖ സ്ഥാപനങ്ങൾ നമുക്ക് ഉണ്ട് വലിയ വലിയ സ്ഥാപനങ്ങൾ ഡബിൾ റേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഇറക്കുന്ന വലിയ സ്ഥാപനങ്ങളുണ്ട് അവരുടെയൊക്കെ നല്ല I mean N C D പേപ്പറുകൾ അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതൊക്കെ ഗ്യാരണ്ടീഡ് ആണ് ഒരു പരിധി വരെ എന്ന് വെച്ചാൽ എൻ സി ഡി ഇറക്കുന്ന നമുക്കറിയുന്ന കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എൻ ബി എഫ് സികളുടെയൊക്കെ നമുക്കറിയുന്നതാണ് അതല്ലാതെ വരുന്ന മിക്ക സ്ഥാപനങ്ങളുടെയും പേപ്പറുകൾ നമ്മൾ പല കുറി ചോദിക്കേണ്ടതാണ് അതിന്റെ റീസൺ ആർ ബി ഐ ഇറക്കുന്ന കടപ്പത്രം കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കടപ്പത്രം ഗവൺമെന്റ് കടമെടുക്കുന്ന പേപ്പറാണല്ലോ കേന്ദ്ര ജി സെക് e എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇന്ന് ഏഴര ശതമാനമാണ് ഈൽഡ് ബാങ്കുകൾ കടപ്പത്രം ഇഷ്യൂ ചെയ്യുന്നു ബാങ്കുകൾ കടമെടുക്കുന്നു അതാണല്ലോ നമ്മുടെ F D fixed term deposit എന്ന് പറയുന്നതും ഏഴ് ശതമാനം റേഞ്ചിലാണ് ഉള്ളത് ഒരു വർഷത്തേക്കും മൂന്ന് വർഷത്തേക്കും ഒക്കെ ഉള്ളത് ഇവരെന്ത് ചെയ്യുന്നു ഇവർ കടം കൊടുക്കുന്നു എട്ട് ശതമാനം മുതൽ പതിമൂന്ന് ശതമാനം അടങ്ങുന്ന പേഴ്സണൽ ലോൺ ലോൺ വരെയുള്ളത് അപ്പൊ നമുക്ക് പന്ത്രണ്ടോ പതിനഞ്ചോ ശതമാനം ഇൻട്രസ്റ്റ് ഒരു സ്ഥാപനം നൽകുന്നുണ്ടെങ്കിൽ അവരുടെ വരുമാന സ്രോതസ് എന്തെന്നുള്ളത് കൂടെ ഒരു ഇൻവെസ്റ്റർ ആരായണം ആദ്യം സർ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ക്രെഡിറ്റ്സ് എവിടെ എങ്ങനെയാണ് പോകുന്നത് നിങ്ങളുടെ ലോൺ ബുക്ക് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം എന്താണെന്നുള്ളത് ഫസ്റ്റ് ചോദിക്കണം നമ്മുടെ വരുമാനം മാത്രം ആദ്യം ചോദിക്കുന്നതിന് പകരം നിങ്ങളുടെ ക്രെഡിബിലിറ്റി എന്താ നിങ്ങളുടെ ലൈസൻസ് എന്താ നിങ്ങൾ എന്തിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നത് N B F C non banking financial കമ്പനിയാണോ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ലോൺ കൊടുക്കാൻ നിങ്ങൾക്ക് അർഹരാണോ ലോണിന്റെ പലിശ നിരക്ക് എന്താണ് അപ്പൊ വരുമാനത്തിനനുസരിച്ച് ഇവർക്ക് ലോൺ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മൊബിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയുള്ളൂ അതൊന്നുമില്ലാത്ത ചെറുകിട സ്ഥാപനങ്ങളൊക്കെ ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ് അത് ഇനിയെങ്കിലും നമ്മൾ നൂറ് ശതമാനം സാക്ഷരതയുള്ള മലയാളികൾ തിരിച്ചറിഞ്ഞേ പറ്റൂ അപ്പം അവരുടെ വരുമാനം എന്തെന്ന് ആദ്യം ചോദിക്കണം അതിനുശേഷം മാത്രമേ നിക്ഷേപത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഇത് ഇതിലെ പലപ്പോഴും ചെന്നുപെടുന്ന ഒരു കാര്യം വെച്ചാല് എന്റെ വോയിസ് ക്ലിയർ ആണ് ചിലർ വോയിസ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു ഓക്കെ ക്ലിയർ ഓക്കെ അപ്പോ ഇപ്പോ പലപ്പോഴും ആളുകളുടെ ഒരു പ്രശ്നം കഴിഞ്ഞാല് ഇവർക്ക് എല്ലാവർക്കും വേണ്ട വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് പോയി പറഞ്ഞെങ്കിൽ ഡെറ്റ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഏഴ് ശതമാനം കിട്ടുന്നു കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു നമുക്ക് എപ്പോഴും ആ ഒരു മാർക്കറ്റ് വോളാറ്റിലിറ്റിനെ നമ്മൾ കണ്ടിട്ടാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രസന്റ് ചെയ്യണം എസ്പെഷ്യലി നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ ഇതിൽ ഇപ്പൊ ഡെറ്റ് ആണെങ്കിൽ പറയും നമുക്കൊരു ഏഴ് ശതമാനം കിട്ടാം എന്നേ പറയുള്ളൂ അത് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പലപ്പോഴും അല്ലെങ്കിൽ ഇവൻ ഇക്വിറ്റി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലോങ് റണ്ണിൽ പത്ത് ശതമാനത്തിന് മുകളിൽ കിട്ടാം എന്നേ പറയാൻ പറ്റില്ല അല്ലാതെ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് കാണുന്ന ഇപ്പോ ഇത്തരം എഫ് ഡികളിലും മറ്റുള്ളിലും പറയണ വെച്ചാൽ നിങ്ങൾക്ക് seven percentage seven point five percent എട്ട് പെർസെന്റേജ് നമ്മൾ നമ്മളോട് പറഞ്ഞിട്ടാണ് ഇവർ തരുന്നത് അപ്പോ ഈ ഒരു കംഫർട്ടിൽ നിന്ന് ആളുകളെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എസ്പെഷ്യലി ആ ഒരു എന്താ പറയുക അപ്രോക്സിമേറ്റിൽ എങ്ങനെ കിടന്ന് കളിക്കാൻ പറ്റും എസ്പെഷ്യലി ഒരു ഒരു നല്ലൊരു പ്രായത്ത് ബൾക്ക് മണി ഉണ്ടായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സർ ഇതില് ഒന്ന് ക്രെഡിബിലിറ്റി ഉള്ള നമ്മളെ നാഷണലൈസ് ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ എഫ് ടി നിക്ഷേപിക്കുന്നതിനോട് നമുക്ക് ഒരു തരത്തിലുള്ള വിയോജിപ്പുമില്ല നമുക്ക് നമ്മുടെ റിസ്ക് അപ്പറ്റേറ്റ് അനുസരിച്ച് ഏജ് കൂടിയ ഒരു നിക്ഷേപകന് സേഫ് ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെന്റേജ് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം എനിക്കത് എന്റെ സേഫ് ഗാർഡ് ചെയ്താൽ മാത്രം മതി എന്റെ പൈസ എനിക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യലല്ല എനിക്ക് സേഫ് ഗാർഡ് മാത്രമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നാഷണലൈസ് ഷെഡ്യൂൾ ബാങ്കിന്റെ എഫ് ഡിയിലേക്ക് മാത്രം നിക്ഷേപിച്ചാൽ മതി കാരണം it may not in I mean beat inflation അല്ലെ നാണയപ്പെരുപ്പം ആറിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏഴിൽ പോവുകയാണെങ്കിൽ ഏഴ് ശതമാനം തന്നെ എഫ് ടി നിരക്ക് കിട്ടിയാൽ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യപ്പെടില്ല എങ്കിലും അത് സേഫ് ആണ് ഒരു പരിധി വരെ പക്ഷെ ഒരു ഒരു ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ഒരു എൻ ബി എഫ് സിയുടെ സിംഗിൾ എൻറ്റിറ്റി പേപ്പറിൽ ഒരു ഡബിൾ എ റേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറിൽ പോയാൽ അതിന് വലിയ റിസ്ക് തന്നെയാണ് അത് ആ ധനകാര്യ സ്ഥാപനം ഒരു എൻ ബി എഫ് സി ആണ് അവർ ഫിക്സഡ് ആയിട്ട് എഴുതി തന്നാലും അതിനകത്തുള്ള റിസ്ക് വളരെ വലുതാണ് ആ കമ്പനിക്ക് ആ പൈസ നൽകാതിരിക്കാം ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ നമ്മൾ അവര് പറഞ്ഞേക്കാൾ ഉപരി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം വേണം ഇപ്പൊ ഒരു വേണം വേണം അത് അത് വലിയ വലിയ എൻ ബി എഫ് സി ആണെങ്കിൽ കൂടെ അതിലൊരു വലിയ റിസ്ക് ഉണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ ട്രിപ്പിൾ എ റേറ്റഡ് ആയിട്ടുള്ള വലിയ കമ്പനികൾ പൂട്ടിയെന്ന് നമ്മൾ കണ്ടതാണ് ഐ എൽ എൻ എഫ് എസിന്റെയും നമ്മൾ പേരെടുത്ത് പറയാൻ പാടില്ലെങ്കിലും ചില ബാങ്കുകളുടെയും ഒക്കെ പേപ്പറുകൾ അന്ന് നമ്മൾ പൊട്ടിയിരുന്നു അന്ന് പല പല കാരണവശാൽ ഡിഫോൾട്ടിലേക്ക് പോകുന്ന ഘട്ടം നമ്മൾ കണ്ടിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് അതാണ് ആഗ്രഹിക്കുന്നത് പിന്നെ സാറ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം മാർക്കറ്റ് വോളറ്റിലിറ്റി അനുസരിച്ച് ബോണ്ട് മാർക്കറ്റിലും വ്യതിയാനം വരുന്നതാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ കടപ്പത്രങ്ങളിലേക്ക് ആളുകളെ വരാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെ അതിന്റെ ഒരു റീസൺ നമ്മൾ ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചു എക്കണോമി പീക്ക് ചെയ്ത് ഇൻട്രസ്റ്റ് റേറ്റ്സ് മുകളിൽ എത്തുമ്പോഴാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ കടപ്പത്രങ്ങളിലേക്ക് എൻട്രി ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഈ ഡെറ്റ് ഫണ്ടുകളിലേക്ക് എൻട്രി എക്സിറ്റ് പീരീഡ് കൂടെ പ്രോപ്പർ ആക്കണം അതിന് ഒരു സാറിനെ പോലെയുള്ള നല്ല വെൽത്ത് മാനേജേഴ്സ് പ്രോപ്പർ ആയിട്ട് വേണം എങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ ഡയറക്റ്റ് ആയിട്ട് നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് ഒരു വർഷം മുമ്പ് ഏറ്റവും താഴ്ന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് ലാസ്റ്റ് വൺ ഇയറിൽ വന്നിട്ടുള്ള റിട്ടേൺ നാലര അഞ്ച് ശതമാനം മാത്രമാണ് അദ്ദേഹത്തിന് ബാങ്ക് എഫ് ഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു ഫൈവ് പെർസെന്റേജ് ഫിക്സഡ് റിട്ടേൺ ആണെങ്കിൽ ഒരു വർഷത്തേക്ക് ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ ഡെറ്റ് ഫണ്ടുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക നാലര ശതമാനമാണ് അപ്പൊ അദ്ദേഹം ചിന്തിക്കും ഞാനിപ്പോ പറയുന്ന ഈ ഏഴര എട്ട് ശതമാനമൊക്കെ എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയില്ലല്ലോ എന്ന് അതിന്റെ റീസൺ കഴിഞ്ഞൊരു വർഷം മാർക്കറ്റ് സൈക്കിൾ മുകളിലോട്ട് കയറുകയാണ് ബോണ്ട് മാർക്കറ്റിൽ ഉയർച്ച ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉയരുന്ന പ്രവണതയിൽ ബോണ്ടുകളുടെ വാല്യൂ ഇടിയും ഇപ്പൊ ബോണ്ടിൽ ഇപ്പൊ നമ്മൾ മാക്സിമം പീക്ക് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് ബോണ്ട് വാങ്ങിക്കുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉയർന്നു നിൽക്കുന്ന പ്രവണതയിലാണ് ഇൻട്രസ്റ്റ് റേറ്റ്സിന് താഴോട്ട് പോകുമ്പോഴാണ് ഇതിന്റെ ആക്ച്വൽ കുതിപ്പ് ഐ മീൻ ക്യാപിറ്റൽ ഗെയിൻ വരാൻ പോകുന്നത് അപ്പൊ ഈ ഒരു സൈക്കിളിൽ ബോണ്ട് മാർക്കറ്റിൽ പോകുന്നതിൽ തെറ്റില്ല തെറ്റില്ല പക്ഷെ ആ വോളറ്റിലിറ്റി എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം പക്ഷേ three year investment horizon three year portfolio duration നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസണുമായിട്ട് നമ്മുടെ ഡ്യൂറേഷൻ ഓരോ സ്കീമുകൾക്കും ഒരു പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ ഉണ്ട് ആ ഡ്യൂറേഷനിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസണിലുള്ള സ്കീം തന്നെ ഓപ്റ്റ് ചെയ്യുക അല്ല ഇതില് ഇപ്പൊ ഈ ഒരു വിഷയത്തില് ഞാനിപ്പോ സംഗതി എല്ലാം ശരിയാണ് അപ്പൊ അതിൽ വേറെ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉള്ളത് ഒന്ന് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ കൂടുതലും പേര് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് കാരണം ഇപ്പൊ എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കേണ്ട ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്റെ പ്രശ്നം എന്താണെന്ന് അപ്പൊ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലാണ് അപ്പൊ അവിടെ നിന്ന് പൈസ എടുക്കാൻ പറ്റും അതിനാണ് ആൻസർ തരാം പക്ഷേ രണ്ട് സിനാരിയോ ആണ് ആളുകൾ പോയിട്ട് ഒന്ന് ഏതെങ്കിലും ഡിസ്കൗണ്ട് ബ്രോക്കറിൽ കമ്മീഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഓടിച്ചു നിൽക്കും ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ അയലോക്കത്തെ അല്ലാന്നുണ്ടെങ്കിൽ ബന്ധുവിന് പൊളിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നാണക്കേടാണെന്നും അല്ല ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞിട്ട് അയാൾക്ക് കൊടുക്കും ഇപ്പൊ പല രീതിയാണ് ചില ആൾക്കാർ ബന്ധുക്കൾക്ക് പോളിസി കൊടുത്തിട്ട് അവരിൽ നിന്ന് ആ കമ്മീഷൻ തിരിച്ചു വാങ്ങാൻ വേണ്ടിയായിരിക്കും വാങ്ങുന്നത് പക്ഷേ അല്ല ഞാൻ ഇതിന്റെ റിയാലിറ്റി പറഞ്ഞതാണ് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അഡ്വൈസറാ ഇൻവോൾവ്മെന്റ് എന്താണ് അല്ലെങ്കിൽ ഒരു അഡ്വൈസറെ ചൂസ് ആരാണ് ചൂസ് ചെയ്യേണ്ടത് കാരണം ഇപ്പൊ ഇതിനെപ്പറ്റി എല്ലാവരും അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പൊ സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സാറ് പറയാണ്ട് അറിയണം കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ അഡ്വൈസർ ആവശ്യമില്ല പക്ഷേ ഏത് ടൈപ്പ് ആൾക്കാരാണ് ഒരു അഡ്വൈസറുടെ അടുത്തേക്ക് പോകേണ്ടതെന്ന് ഒന്ന് പറയാവോ കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് വന്നിട്ടുണ്ട് സർ ഇതില് ഇതിലൊറ്റ മറുപടിയേ ഉള്ളൂ കാരണം ഇപ്പൊ ഞാൻ നമ്മൾ നോർമലി ഒരു പനി വരുമ്പോൾ നമ്മൾ ഡോളോ എടുത്ത് കഴിക്കുന്നുണ്ട് ഇപ്പോൾ അല്ലെ ഡോളോ സിക്സ് ഫിഫ്റ്റി ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മെഡിക്കൽ ഓർഗനൈസേഷൻ ആണ് ഫാർമ കമ്പനിയാണ് കഴിഞ്ഞ പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് വർഷ കാലങ്ങളിൽ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കഴിച്ചതാണ് അത് തന്നെ മ്യൂച്വൽ ഫണ്ടിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വർഷം ഡിറക്റ്റിന്റെ പെനിട്രേഷൻ വളരെ കൂടുതലായിരുന്നു അതുപോലെ തന്നെ ഡയറക്റ്റിന്റെ ക്യാൻസലേഷൻസും ഇന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്യാൻസലേഷൻസ് ആണ് ഇപ്പോൾ കേരളത്തിന്റെ ഒരു അവസ്ഥ ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പതിനായിരത്തോളം ഒരു മാസം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എസ് ഐ പികൾ ഉണ്ടെങ്കിൽ അതിലകത്ത് ഒരു ഇരുപതിനായിരം ക്യാൻസലേഷൻസ് നടക്കുന്നത് ഡയറക്റ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് എന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഗൈഡൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഗൂഗിൾ വഴി സെർച്ച് ചെയ്തിട്ട് ഒരു മെഡിസിൻ സെർച്ച് ചെയ്തെടുക്കാം നമുക്കൊരു പനി തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൂഗിളിൽ ആന്റിബയോട്ടിക്സ് ഒക്കെ അമോക്സ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്തെടുത്ത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചിട്ടൊക്കെ കഴിക്കാം ചിലപ്പോൾ മാറാം മാറാതിരിക്കാം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ എക്സ്പെൻസസ് ഒക്കെ മനസ്സിലാക്കി റിസ്ക് അപ്പറ്റൈറ്റ് മനസ്സിലാക്കി റിസ്ക് പ്രൊഫൈൽ തയ്യാറാക്കി അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ഗോൾസിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ ചൂസ് ചെയ്ത് അതിന്റെ പ്രോപ്പർ ബാലൻസിങ് നടത്താൻ ഒരു അഡ്വൈസറിനെ കഴിയൂ അല്ല ഒരു നിക്ഷേപകൻ ഇൻവെസ്റ്റ്മെന്റിന് മാത്രം ഇരിക്കുന്ന അല്ലെങ്കിൽ ട്രേഡിങ്ങിന് മാത്രം ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു നിഖിൽ സാറിന് വേണമെങ്കിൽ നിഖിൽ സാറിന് തന്നെ പറ്റണമെന്നില്ല ചിലപ്പോൾ നിഖിൽ സാറിന്റെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ <laughs> മനസ്സിലായി അപ്പോ എനിക്ക് ശരിയല്ലേ <laughs> ഇപ്പൊ ഇപ്പൊ എന്റെ കാര്യവും ഇവൻ എന്റെ ഭാര്യ എന്റെ അഡ്വൈസ് എടുക്കൂല അപ്പൊ അത് ഇവിടെ ഓഫീസിൽ വേറെ വിഷ്ണുവിനെ കൊണ്ടാ ജയിപ്പിക്കുന്നത് കാര്യം കാര്യം അതിനൊരു അഡ്വൈസർ മസ്റ്റ് ആണ് കാരണം നമ്മുടെ പോർട്ട്ഫോളിയോ റീബാലൻസിങ് ടാക്ടിക്കൽ അലൊക്കേഷൻ ഞാനിപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ പ്രൈവറ്റ് ബാങ്കിങ് അടുത്ത മൂന്ന് വർഷത്തേക്ക് കയറും എന്നുള്ളത് ഒരു അഡ്വൈസറിനെ അറിയൂ നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് ഇന്ന ടാക്ടിക്കൽ അലൊക്കേഷൻ ഇന്ന സമയത്ത് ചെയ്യണം അതിന്റെ പ്രോപ്പർ എക്സിറ്റ് ഇന്ന സമയത്ത് ചെയ്യണം ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെന്റ് സ്പെൻഡിങ് വരുന്ന സമയമാണ് may be for the next two years infra will deliver better return പക്ഷെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു പക്ഷെ എക്സിറ്റ് ചെയ്യാൻ അറിയണമെങ്കിൽ അതൊരു അഡ്വൈസറിനെ കൊണ്ടേ കഴിയും അപ്പൊ നമ്മൾ ഇതിനകത്തുള്ള അര ശതമാനം ലാഭം നോക്കിയായിരിക്കും ചിലപ്പോൾ ഡയറക്റ്റ്ലി ട്രേഡ് ചെയ്യുന്നത് അത് അഞ്ച് ശതമാനം ലോസിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ഐ മീൻ ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഓക്കെ ഒരു ഒരു ആളുടെ ചോദ്യം ചെല്ലെ ഇപ്പൊ ഒരു ചോദ്യം എങ്ങനെ ഇപ്പൊ സന്ദീപ് സാറിനാണ് അയാൾ ഇരുപത്തെട്ട് വയസ്സുള്ള ആളാണ് ആൾക്ക് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം അടുത്ത ഏഴ് വർഷം പത്ത് വർഷത്തേക്ക് പൈസ ആവശ്യമില്ല അഗ്രസീവ് ഇൻവെസ്റ്റർ ആണ് ഇക്വിറ്റിയിൽ എന്തായിരിക്കും നമ്മൾ അഡ്വൈസ് ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് പിന്നെ എന്നോട് കൂടി ചോദിച്ചിട്ടുണ്ട് can you talk about Quant fund house അപ്പൊ അത് ഞാൻ അത് ഇപ്പൊ സാറ് എന്റെ ഒരു നമ്മൾ ഏതൊരു ഫണ്ട് ഹൗസിനെ കുറിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു അഭിപ്രായം പറഞ്ഞു ഫണ്ട് ഹൗസ് ഒക്കെ നല്ലത് തന്നെ എല്ലാവരും റെഗുലേറ്റഡ് ആണ് നമുക്ക് നമ്മുടെ കാര്യത്തിലുള്ളൂ അവരുടെ സ്ട്രാറ്റജി ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത് അപ്പോ സാർ ഒന്ന് ഇതിന്റെ ഈ പറഞ്ഞതിന്റെ ഒരു ആൻസർ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു തീർച്ചയായിട്ടും സാർ ഇപ്പം ഇപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ഏറ്റവും top notch performance last three ഇയേഴ്സിൽ വന്നിട്ടുള്ളത് നമ്മൾ നോക്കുകയുള്ളൂ അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആദ്യം ഇനി അഥവാ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് തന്നെ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ട്രാക്ക് ഹിസ്റ്ററി ഞാൻ ആദ്യം സൂചിപ്പിച്ചു twenty years history for the equity multi asset എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസന്റേഷനിൽ കാണിക്കുകയുണ്ടായി ഫിഫ്റ്റീൻ ട്വന്റി ഇയേഴ്സ് ഒക്കെ ഇൻഡസ്ട്രി സൈക്കിളിലുള്ള പ്രൊഡക്ട്സ് നല്ലതാണ് ഒരു ടെൻ ഇയർ എങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെയും ഒരുവിധം നല്ലതായിരിക്കും അത് കാരണം പല മാർക്കറ്റ് സൈക്കിൾസിലൂടെ കടന്നുപോയവയാണ് അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ അപ്പോൾ ഒരു നെക്സ്റ്റ് ടെൻ ഇയേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷം രൂപ മാത്രമാണ് ഇപ്പൊ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ഒരു സ്കീം മതി എന്ന് പറയുകയാണെങ്കിൽ ഒരു മൾട്ടി ക്യാപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സി ക്യാപ്പ് ഓറിയന്റഡ് സ്കീമാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് അതല്ല അദ്ദേഹത്തിന് അത് സ്പ്ലിറ്റ് ചെയ്ത് നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ ഒരു fifty percentage you can route through mid small then fifty percentage you can invest into flexi or multi അങ്ങനെയും ചെയ്യാം sir that will give you best return for the next 10 years. Okay okay അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചോദിച്ച ആൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു ഇതിന്റെ ഒരു ഒരു ആൻസർ കിട്ടിയെന്ന് വിചാരിക്കണം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ can N R I deposit in mutual fund and stock പറ്റും എന്നുള്ളതാണ് അതിന്റെ ആൻസർ ഇപ്പോൾ അൽതാഫാണ് ചോദിച്ചത് അൽതാഫിന് ഈ ഇതിനുള്ള നിങ്ങൾക്ക് പറ്റും എങ്ങനെ ചെയ്യണം എന്നുള്ള വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ മതി ഇവർ ഹെൽപ്പ് ചെയ്തോളും എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പിന്നെ ക്രിസ്റ്റീൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് can you suggest best mutual fund broker for lump sum investment എനിക്ക് തോന്നുന്നു സാറ് ഇതിലെ <laughs> വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഞാൻ ഈ പണി നടത്തുന്ന ആളാണ് അപ്പൊ ഞാൻ എന്റെ കമ്പനിയെ ഞാൻ പറയുള്ളൂ പക്ഷെ എല്ലാ ബ്രോക്കേഴ്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ആൾക്കാരാണ് പ്രൊവൈഡഡ് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെന്റ് പറയാനും അവർക്ക് അത് മനസ്സിലാക്കാനും അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുകയാണെങ്കിൽ they are the best broker അല്ലാതെ ഇപ്പൊ ചില ടൈമിൽ പലരും ഇപ്പൊ ഇവിടെ പലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് പല ആൾക്കാരും നമ്മളെ അടുത്ത് വിളിച്ച് സജഷനും എല്ലാ കാര്യങ്ങളും ചോദിക്കും എന്നിട്ട് ഇവര് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ടൈമിൽ പല ആൾക്കാരും നമ്മളുടെ അടുത്ത് വരില്ല അത് കാരണം വെച്ചാൽ ചിലപ്പോൾ അയലോകത്ത് ഒരാളായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അപ്പൊ അവിടെ ചെയ്യണം സി നമ്മളുടെ അടുത്ത് വരുന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അയലോകത്ത് ആരുടെ അടുത്ത് വിശ്വാസമില്ലാത്തതിനെ വരില്ല അപ്പോ നിങ്ങൾക്ക് ആരടുത്താണോ നോളജ് ലെവലിൽ ട്രസ്റ്റ് ഉള്ളത് അടുത്ത് പോകും അല്ലാതെ നിങ്ങൾ വെറുതെ ഒരു കമ്മിറ്റ്മെന്റ് പേരിച്ച് പോവല്ലേ നമ്മളിതൊരു ഇതിൽ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത് സർ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് പോയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തോട് മുഴുവൻ കാര്യങ്ങൾ റിവീൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മളൊരു അഡ്വക്കേറ്റിനോടോ ഡോക്ടറോടോ ഒക്കെ റിവീൽ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പൊ suppose if you are opting Nikhil sir പെൻഡാഡാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ്സ് അസറ്റ് ക്ലാസസ് നമ്മൾ എവിടെയെല്ലാം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു ഇപ്പോഴത്തെ ഇൻഫ്ലോയും എക്സ്പെൻസസും കംപ്ലീറ്റ് കാര്യങ്ങളുടെ ഹിസ്റ്ററി ആയിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത് എനിക്കൊരു പതിനായിരം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങണം അത് എന്ത് ചെയ്യണം നല്ല ചോദിക്കേണ്ടത് ഇതാണ് എന്റെ ഇന്നത്തെ അവസ്ഥ ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിനാണ് ഒരു ഗൈഡൻസ് ആവശ്യം അതാണ് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ റോൾ അല്ലാതെ ഇപ്പൊ ഇതിനു മുമ്പുള്ള ഇൻവെസ്റ്റർ ചോദിച്ച പോലെ ഒരു ലക്ഷം രൂപ എവിടെ ഇൻവെസ്റ്റ് അതല്ല ചോദ്യം ആക്ച്വലി സ്പീക്കിംഗ് അല്ല നമ്മൾ ഇരിക്കുന്നത് നമ്മൾ ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ പ്ലാനർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ മാത്രം ഇരിക്കുന്ന ആളല്ല നമ്മുടെയൊക്കെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് നമ്മുടെ ലക്ഷ്യം അതിന് നിങ്ങൾക്ക് എന്തെല്ലാം അസറ്റ് ക്ലാസസ് വേണോ അതിന് ഇനി പ്യുവർ ബോണ്ട് മാത്രം മതിയെങ്കിൽ പ്യുവർ ബോണ്ട് മാത്രം എഫ് ഡി മാത്രം മതിയെങ്കിൽ എഫ് ഡി മാത്രം അത് അദ്ദേഹം പറഞ്ഞു തരും നിങ്ങൾ സാറിന്റെ എവിടെയാണ് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടിയിരിക്കുന്നത് എവിടെ ട്രിം ചെയ്യണം സാറിന് റിയൽ എസ്റ്റേറ്റ് ഇപ്പൊ കൂടുതലാണ് അല്ലെങ്കിൽ ഗോൾഡിൽ ഇപ്പൊ കൂടുതലാണ് ഇത് ഇന്നത് ചെയ്യണം ടാക്സേഷൻ ആംഗിൾ ഇന്നെ നല്ല കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിൽ ചിലപ്പോൾ നല്ല ഓപ്ഷൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സാർ പറഞ്ഞു തരും അല്ലെങ്കിൽ your adviser will guide you ഇവിടെ അടുത്തൊരു ചോദ്യം ഒരു ഒരാൾ അഗ്രസീവ് ഇൻവെസ്റ്റർ ആണ് അയാൾക്ക് യു എസ് മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇപ്പൊ നാസ്ഡാക് ഹൺഡ്രഡ് ഫണ്ട് പോലെ എത്ര എക്സ്പോഷർ വേണമെന്നാണ് പുള്ളി ചോദിക്കുന്നത് ഫോറിൻ എക്സ്പോഷർ ഞാൻ frankly speaking it's a matured market matured മാർക്കറ്റുകളുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇനിയും വളരില്ല എന്നല്ല ഇപ്പൊ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയാൻ കാരണം എന്താ നമ്മൾ കണ്ടിട്ടുള്ള അവിടുത്തെ ആറ് ജയൻസ് ആൽഫബറ്റും ആമസോണും മെറ്റയും ടെസ്ലയും ഗൂഗിളും ഒക്കെ അടിച്ചു കിടക്കുകയാണ് twenty percentage to eighty percentage ഡിപ്പാണ് ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി പക്ഷെ overall portfolio exposure we will never recommend more than twenty percentage ഇരുപത് ശതമാനത്തിന് മുകളിൽ എക്സ്പോഷർ എടുക്കേണ്ട സർ അതിന് മുകളിൽ വേണ്ട കാരണം എയ്റ്റി പെർസെന്റേജ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ജനവും അടുത്ത പത്ത് വർഷത്തിൽ മൂന്നാം സ്ഥാനത്തേക്കും വരാൻ പോകുന്ന ഇന്ത്യൻ എക്കണോമിക്കാളും ഗ്രോത്ത് പൊട്ടൻഷ്യൽ അല്ല മറ്റ് ഏതൊരു വിദേശ വിപണിയും എന്നുള്ളതാണ് അവർ ഓൾറെഡി മെച്ചുവേർഡാണ് ആണ് അവരെല്ലാം ടെൻ ട്വന്റി ഇയേഴ്സ് ബാക്ക് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെയാണ് ഇന്ത്യ ഇന്ന് ഇരിക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് കഴിഞ്ഞ ഒരു വർഷം രണ്ടേ മുക്കാൽ ലക്ഷം കോടി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പൈസ എടുത്തുകൊണ്ട് പോയി അവര് എവിടെ നിക്ഷേപിക്കും ദേ കം ബാക്ക് അടുത്ത ഒരു വർഷം സാർ നോക്കിക്കോളൂ അത് കഴിയുമ്പോൾ ഈ പൈസ മൊത്തം ഇന്ത്യയിലേക്ക് തിരിച്ചു വരും മറ്റൊരു രാജ്യവുമില്ല നിക്ഷേപിക്കാൻ അവർക്ക് അപ്പൊ അത്രയും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു ഒരു സ്മോൾ ക്യാപ് കമ്പനി പോലെയാണ് ഇന്ത്യൻ എക്കണോമി മറ്റൊരു വിദേശ രാജ്യത്തിൽ നിന്ന് നോക്കുമ്പോൾ അപ്പൊ ആ പൈസ എല്ലാം ഇന്ത്യയിലേക്ക് തിരിച്ചു വരും ഇന്ത്യൻ എക്കണോമി ആയിരിക്കും ഗ്രോത്ത് ഏറ്റവും കൂടുതൽ ഡെലിവറി ചെയ്യുക for the next ten years അപ്പൊ ഒരു നാസ്ഡാക്കിൽ എക്സ്പോഷർ എടുക്കുകയാണെങ്കിൽ ട്വന്റി പെർസെന്റേജിൽ കൂടുതൽ എടുക്കരുതെന്നാണ് നമ്മുടെ റെക്കമെൻഡേഷൻ ഓക്കെ ഓക്കെ ഇനി അടുത്ത ഒരാളോട് ചോദ്യം ഓൾറെഡി ഒരാൾ ഡയറക്റ്റ് ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അയാൾക്ക് ബ്രോക്കറുടെ അടുത്തേക്ക് സ്വിച്ച് ചെയ്യണം അത് പോസിബിൾ ആണ് പോസിബിൾ ആണ് പോസിബിൾ ആണ് അതൊരു ഇപ്പൊ സഞ്ജയ് ചോദിച്ചാണ് അത് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ് ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ യൂട്യൂബിൽ തന്നിട്ടുണ്ട് അതിലൊന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ മതി ഇങ്ങനെ സഞ്ജയ് അല്ലെങ്കിൽ Nikhil at talks with money എന്ന് പറഞ്ഞ ഇമെയിൽ ഉണ്ട് അതിലേക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി കാണിച്ചു തന്നാൽ മതി ഇവര് ആരാന്ന് വെച്ചാൽ അതിന്റെ പ്രൊസീജിയർ പറഞ്ഞു തന്നിട്ട് ചെയ്യിപ്പിച്ചോളൂ ഓക്കെ ഇനി അടുത്ത ചോദ്യം വെച്ചാൽ പെൻഡാഡ് എത്രയാണ് ഇതിനുവേണ്ടി ചാർജ് ചെയ്യാന്നുള്ളത് ഇത് നമ്മൾ ചാർജ് ചെയ്യണത് റെഗുലർ മ്യൂച്വൽ ഫണ്ടാണ് അപ്പൊ നമുക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ ആ പറഞ്ഞ കമ്മീഷൻ ഞങ്ങൾക്ക് കിട്ടിക്കോളും അല്ലാതെ വേറെ സെപ്പറേറ്റ് ചാർജസ് നിങ്ങളെടുത്ത് വരുന്നില്ല ഇനി അടുത്ത ചോദിച്ചാൽ expense and S I P ഇൻവെസ്റ്റ്മെന്റിന് ശേഷം മന്ത്ലി എക്സ്ട്രാ വരുന്ന എമൗണ്ട് എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ടിൽ ലംസം ഇൻവെസ്റ്റ്മെന്റ് ആയി ചെയ്യുന്നത് നല്ലതാണോ ഒബിയസ്ലി ഇൻക്ലൂഡിങ് അത് നല്ലൊരു പ്രസക്തമായ ചോദ്യമാണ് ഞാനും ഞാൻ നമ്മളെല്ലാം സാലറി ഇടാണ് നമ്മളൊരു പോർഷൻ ആദ്യ ഭാഗങ്ങളിൽ എസ് ഐ പി എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും പോയി minimum one third of the salary S I പിയിലൂടെ ആദ്യം റൂട്ട് ചെയ്യുക അത് കഴിഞ്ഞായിരിക്കണം one third minimum S I P ആയിരിക്കണം ബാക്കി വരുന്ന സെവൻറ്റി പെർസെൻറ്റേജിൽ നമ്മളൊരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊണ്ടൊക്കെ ബാലൻസ് ചെയ്തു ഫാമിലി എല്ലാ കാര്യങ്ങളും പിന്നെയും ഒരു ഇരുപത് ശതമാനം മിച്ചം ഇരിക്കുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകളിൽ ടോപ്പ് അപ്പ് ആയിട്ട് ചെയ്യാം അഡീഷണൽ ടോപ്പ് അപ്പുകൾ പർച്ചേസ് ആയിട്ട് തന്നെ ചെയ്യാം ലംസം പർച്ചേസ് ആയിട്ട് തന്നെ ചെയ്യാം ഓക്കെ ഓക്കെ ഇനി നമ്മൾ I have a lump sum amount as F D which investment will give a monthly return other than uh, long term? Monthly monthly sir monthly cash flow ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ടാക്സ് എഫിഷ്യൻസി ആണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് അതായത് മന്ത്ലി ഇൻഫ്ലോ സാറിന് ട്രഷറിയിലോ അല്ലെങ്കിൽ ബാങ്ക് എഫ് ഡിയിലോ ഇട്ടിട്ട് മന്ത്ലി എടുക്കാം അതിന് ടാക്സബിൾ ആയിട്ടുള്ള റിട്ടേൺസ് ടാക്സബിൾ ആയിട്ടുള്ള വരുമാനമാണ് അതിന് ടാക്സ് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം മ്യൂച്വൽ ഫണ്ടിന്റെ ബോണ്ട് സ്കീമിൽ ഇട്ടാൽ നമ്മൾ ടാക്സ് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം മ്യൂച്വൽ ഫണ്ടിന്റെ ഡിവിഡൻഡ് ഓപ്റ്റ് ചെയ്താലും ഇൻകം ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പൊ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ടാക്സ് എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ വിഡ്രോ ചെയ്യാം സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലൂടെ നമുക്ക് മന്ത്ലി ക്യാഷ് ഫ്ലോ എടുക്കാം എത്ര എടുക്കാം seven to eight percentage withdrawal എടുത്താൽ മതി അതിന് ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണ് വരുന്നത് നമ്മൾ പിൻവലിക്കുന്ന യൂണിറ്റ്സിന്റെ ക്യാപിറ്റൽ ഗെയിൻ ഫിഫ്റ്റീൻ പെർസെന്റേജ് ആയിരിക്കും before one year after one year ten percentage മാത്രമായിരിക്കും ഉദാഹരണം പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരാൾ മാസം ഒരു ഏഴായിരം രൂപ പിൻവലിക്കുകയാണെങ്കിൽ ആ സെവൻ തൗസൻഡ് അനുസൃതമായ യൂണിറ്റ്സിന് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ചെറിയ എമൗണ്ടേ വരികയുള്ളൂ നമ്മൾ മറ്റ് നിക്ഷേപങ്ങളിൽ നിന്ന് പിൻവലിക്കുന്ന ഇൻട്രസ്റ്റ് ഇൻകത്തെക്കാളും ടാക്സ് എഫിഷ്യൻസി കൂടുതലാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനുകൾ ഓക്കെ ഇനി അടുത്ത ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു പോയിന്റ് പലർക്കും മനസ്സിലാവാത്ത ഒരു കാര്യം കാരണം ചിലപ്പോ എത്ര രൂപയ്ക്ക് നമ്മൾ റിയലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അതിന് മാത്രമേ ടാക്സ് കൊടുത്താൽ മതി അല്ലാതെ ഇത്ര രൂപ എനിക്ക് വരുമാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല ഇനി ഒരാൾ ചോദിച്ചേക്കുന്ന കാര്യം ഇപ്പൊ നമുക്കൊരു so is it better to focus on Indian market other മറ്റുള്ള മാർക്കറ്റിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്നതാണ് നല്ലത് അയാൾ ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ ഇരുപത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പീരീഡ് ഉണ്ട് അപ്പോൾ സാറിന്റെ കറക്റ്റ് അല്ലേ അത് Yes, yes, sir. Indian equity market. In Indian equity market. So overall, overall വിദേശ മാർക്കറ്റുകളിൽ ട്വന്റി പെർസെന്റേജ് മാത്രം വെച്ചാൽ മതി സർ റെഗുലേറ്റഡ് അല്ലാത്ത യങ്സ്റ്റർ ആയതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ബിറ്റ്കോയിൻ പോലെയുള്ള സാധനങ്ങളിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിൽ നിന്ന് തന്നെ twelve to fifteen percentage returns generate ചെയ്യാൻ പറ്റുമെന്നിരിക്കെ നമ്മൾ ഇത്തരം വലിയ സംഭവങ്ങളിലേക്ക് റെഗുലേറ്റഡ് അല്ലാത്തൊരു പരിപാടികളിലേക്ക് പോകേണ്ടതില്ല ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൽ തന്നെ എയ്റ്റി പെർസെന്റേജും ഇൻവെസ്റ്റ് ചെയ്യും ഓക്കെ ഓക്കെ ആയിക്കോട്ടെ അപ്പൊ എല്ലാവരും ഇത്രേ ഉള്ളൂ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒരു എൺപത് ശതമാനം വെച്ചിട്ട് ബാക്കി ഒരു ഇരുപത് ശതമാനം വെക്കാം ഇനി നിങ്ങൾക്ക് ഈ ക്രിപ്റ്റോനെ പറ്റി ഇവരും ചോദിച്ചിട്ടില്ല നമ്മൾ പറയണില്ല ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തം ഫണ്ടിന്റെ ഒരു ഒരു ശതമാനോ രണ്ട് ശതമാനോ വേണമെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോയ്ക്ക് കൊണ്ടിട്ട് ഇടാം ആ പൈസ മുഴുവൻ പോയി കഴിഞ്ഞാലും ഇവിടെ നിന്ന് വരുന്ന ടെൻ ട്വൽവ് പെർസെന്റേജിന്റെ പേരിൽ നിങ്ങൾക്ക് എഫക്ട് അറിയത്തില്ല ഓക്കെ ഇനി aggressive investor at thirty at the age of thirty have got 10 lakhs to invest. Isn't it better to park in liquid fund and start an SIP to equity? Yes. Okay. Currently, ഞാൻ ആദ്യം സൂചിപ്പിച്ചു സർ പത്ത് ലക്ഷം രൂപ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ തന്നെയാണെന്നുള്ളത് അത് ടർബോ എസ് ടി പി എന്ന് പറഞ്ഞൊക്കെ ഫീച്ചറുകൾ വന്നിട്ടുണ്ട് ചില ഫണ്ട് ഹൗസുകൾക്കൊക്കെ ഉണ്ട് ബിർളയ്ക്കൊക്കെ ഉണ്ട് അത് മാർക്കറ്റിന്റെ വൊളറ്റിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ ചെയ്യുക ഇക്വിറ്റിയിലേക്ക് you can opt in equity scheme ഒന്നിലധികം ഇക്വിറ്റി സ്കീമുകൾ ഓപ്റ്റ് ചെയ്യാം രണ്ടോ മൂന്നോ ഇക്വിറ്റി സ്കീമുകൾ ഓപ്റ്റ് ചെയ്യുക അടുത്ത ആറു മാസം മുതൽ ഒരു വർഷം കൊണ്ട് ഈ പത്ത് ലക്ഷത്തെ ഡിപ്ലോയ് ചെയ്താൽ മതി കാരണം അടുത്ത ആറു മാസം മാർക്കറ്റിന്റെ വളച്ചിലിറ്റി പ്രവചനാതീതമാണ് market volatility will be there so six months to one year systematic transfer plan from liquid അല്ലെങ്കിൽ ലോ ഡ്യൂറേഷൻ ഫണ്ടുകൾ there you can expect return around six six and half percentage അവിടെ നിന്ന് എസ് ടി പി മോഡലിലൂടെ ഇക്വിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഓക്കെ ഓക്കെ വെരി ഗുഡ് ഇനി ഒരാളുടെ ചോദ്യം വെച്ചാൽ പതിനഞ്ച് വർഷമായിട്ട് എസ് ഐ പി ചെയ്യുന്നുണ്ട് ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമാണ് ഇപ്പൊ അമ്പത്തിരണ്ട് വയസ്സായി ഇനി അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഹാ സർ നമ്മൾ പൊതുവെ ഗോൾസ് ഗോളിനോട് അടുക്കുമ്പോൾ എന്ന് നമ്മൾ പറയും എപ്പോഴും ഇപ്പൊ നമ്മളിപ്പോ റിട്ടയർമെന്റിലേക്ക് പോവുകയാണ് ഞാനെങ്കിൽ അറുപതാം വയസ്സിലാണ് എന്റെ റിട്ടയർമെന്റ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഫിഫ്റ്റി എയ്റ്റ് ഒക്കെ എത്തുമ്പോൾ ഞാൻ അതിനെ പാറ്റേൺ മാറ്റണം കൺസർവേറ്റീവിലേക്ക് മാറ്റണം എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ സാറിന്റെ റിട്ടയർമെന്റ് ഇപ്പൊ ഫിഫ്റ്റി ഫൈവിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം സ്വിച്ച് ചെയ്യുക കാരണം സ്മോൾ ക്യാപ് മിഡ് ക്യാപ്പിന്റെ റാലി ഇനിയും വരാനുണ്ട് നെക്സ്റ്റ് ത്രീ ഫൈവ് ഇയേഴ്സിൽ ഇനിയും കുറച്ചുകൂടെ റിട്ടേൺ വരാനുള്ള സമയമാണ് സാറിന്റെ റിട്ടയർമെന്റ് ഏജ് ഒരു ഫിഫ്റ്റി ത്രീയിൽ അടുത്ത വർഷം തന്നെ സാർ ഇറങ്ങുകയാണെങ്കിൽ മാത്രം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്താൽ മതി സാർ സിക്സ്റ്റി ഇയേഴ്സിലാണ് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ please continue those S I P അത് കഴിഞ്ഞ മതി ഒരു അമ്പത്തി എട്ട് വരെയെങ്കിലും സാർ കണ്ടിന്യൂ ചെയ്യണം അത് കഴിഞ്ഞ മതി സാർ ഓക്കെ താങ്ക് യു ഇനി വേറൊരു ആളുടെ ഒരു ശ്രീകുമാർ മേനോന്റെ ഒരു ചോദ്യമാണ് ഇപ്പൊ how about investing in banks retirement plans basis five year investment and return example ഒരു ഒരു ഒരു ഇക്വിറ്റി എനിക്ക് മറ്റേ നമ്മുടെ യൂലി പ്ലാനോ ഇൻഷുറൻസ് പ്ലാനുകളില്ല അതാണ് ഇവർ പറയുന്നത് അപ്പോ അത് എനിക്ക് തോന്നുന്ന ആൾക്ക് ഏജ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ അദ്ദേഹത്തിന്റെ ഏജ് എത്രയെന്നുള്ളത് ശ്രീകുമാറിന്റെ ഏജ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി മനസ്സിലാക്കണം ഇങ്ങനത്തെ ഒരു സ്കീമാണോ മ്യൂച്വൽ ഫണ്ടാണോ എന്നുള്ളത് ഒന്ന് ഒന്ന് പറയാം ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞുണ്ടോ കാരണം വെച്ചാല് വേറെ ആള് ചോദിച്ചിട്ടുണ്ട് യൂലിഫ് വെസേഴ്സ് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് പറഞ്ഞാൽ നന്നായിരിക്കും തീർച്ചയായിട്ടും ഇതിലിപ്പോ നമ്മൾ ആപ്പിൾ ആപ്പിൾ കമ്പാരിസൺ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അമ്പത് വയസ്സാണ് സൂപ്പർ അപ്പം ആപ്പിൾ ആപ്പിൾ കമ്പാരിസൺ അല്ല ഇത് കാരണം ഒന്ന് ഐ ആർ ഡി എയുടെ കീഴിലുള്ള ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്റ്റും ഒന്ന് സെബിയുടെ കീഴിലുള്ള മ്യൂച്വൽ ഫണ്ട് പ്രൊഡക്റ്റും അപ്പൊ രണ്ടും രണ്ടാണ് ഞാൻ കൂടെ ഓടുന്ന മറ്റൊരു ഐ ആർ ഡി എയുടെ പ്രൊഡക്റ്റിനെ കുറവ് പറയാൻ പാടില്ല പക്ഷെ എന്റെ മേന്മ ഞാൻ പറയാം മ്യൂച്വൽ ഫണ്ടുകൾക്ക് ലിക്വിഡിറ്റി എന്നുള്ളൊരു ആംഗിളിൽ അട്രാക്ഷൻ ഉണ്ട് നമ്മൾ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുമ്പോഴും മ്യൂച്വൽ ഫണ്ടുകളിലൂടെ പ്ലാൻ ചെയ്യുന്നവർക്ക് രണ്ട് മൂന്ന് ബെനിഫിറ്റുകളുണ്ട് ഒന്ന് എക്സ്പെൻസ് അല്പം കുറവാണ് നമ്മുടെ ഇൻഷുറൻസ് ലിങ്ക്ഡ് പ്രൊഡക്റ്റുകൾ കോർ ഇൻഷുറൻസ് ലിങ്ക്ഡ് പ്രൊഡക്റ്റുകളുടെ എക്സ്പെൻസ് അല്പം കൂടുതലാണ് അത് നമുക്കറിയാം അത് ലൈഫ് ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ എപ്പോഴും പറയുന്ന കാര്യമാണ് അവരുടെയും പ്രോഫിറ്റബിലിറ്റി എല്ലാം വളരെ കൂടുന്നതിന്റെ റീസൺ എത്രയേ ഉള്ളൂ സിമ്പിൾ റീസൺ ആണ് പ്രോഫിറ്റബിലിറ്റി കൂടുന്നതിന്റെ റീസൺ എക്സ്പെൻസ് അല്പം കൂടുതലാണെന്നുള്ളതാണ് ചാർജ് അല്പം കൂടുതലാണ് ഓരോ ഇൻഷുറൻസ് പോളിസികളിലും ഇൻഷുറൻസ് പോളിസികളിൽ ചാർജ് കൂടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ലൈഫ് കവർ അവർ നൽകുന്നത് കൊണ്ടാണ് അപ്പൊ അതൊരു മേന്മയാണ് അപ്പൊ നമുക്ക് ലൈഫ് കവർ നൽകുന്നതിന് വേണ്ടി അവർ ചാർജ് ചെയ്തിട്ടുണ്ട് നമുക്ക് റിസ്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ആ പൈസ നൽകുകയും ചെയ്യും അത് അഡ്വാൻറ്റേജ് ആണ് ഇവിടെ അത് കിട്ടുന്നില്ല ഇവിടെ നമ്മൾ കോർ ഇൻവെസ്റ്റ്മെന്റ് എന്താണോ ചെയ്തത് അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ പ്രോഫിറ്റ് എന്താണോ അതാണോ നമുക്ക് കിട്ടുക മറ്റ് അഡ്വാൻറ്റേജ് എന്താ ലിക്വിഡിറ്റി ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ എപ്പോ വേണമെങ്കിലും പിൻവലിക്കാം നമുക്ക് അവിടുത്തെ പോലെ ഇത്ര വർഷം അടച്ചാലേ ഇന്നത് വരൂ അല്ലെങ്കിൽ ഇത്ര വർഷം അടച്ചില്ലെങ്കിൽ ഒന്നും കിട്ടുകയില്ല എന്നുള്ളൊരു സ്റ്റാൻസ് അല്ല മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിനുള്ളത് അവിടെ നമുക്ക് റിട്ടയർമെന്റിന് വേണ്ടി അവിടെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ വളരെ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളും അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺസിന്റെ ടാക്സ് എഫിഷ്യൻസി ആദ്യം ചോദിക്കുക എത്ര ശതമാനം റിട്ടേൺസ് ആണ് അവിടെ നിന്ന് കിട്ടുക എന്നുള്ളത് ആരായുക ഏത് തരം പ്രൊഡക്റ്റ് ബോണ്ട് റിലേറ്റഡ് ആണോ ഇക്വിറ്റി റിലേറ്റഡ് ആണോ പ്രൊഡക്ട്സ് എന്നുള്ളതും ചെക്ക് ചെയ്യുക ഇവിടെ നമുക്കറിയാം ഇവിടെ വളരെ കുറച്ചുകൂടെ സുതാര്യമാണ് ഇത് എവിടെ നിക്ഷേപിക്കുന്നു പോർട്ട്ഫോളിയോ നമുക്ക് കാണാം അതുപോലെ ലിക്വിഡിറ്റി ആംഗിളിലും നമുക്ക് വളരെ നല്ലതാണ് ടാക്സ് എഫിഷ്യൻസിയുടെ കാര്യത്തിലും കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് ഉണ്ട് എക്സ്പെൻസസിന്റെ കാര്യത്തിലും മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ കുറവാണ് charges okay okay very good എനിക്ക് തോന്നുന്നു ഈ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഇത് കുറച്ചും കൂടിയും ശ്രീകുമാർ സാർ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ചിലപ്പോൾ അന്വേഷിക്കേണ്ടവരായിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ ഇന്നിപ്പോ നമ്മൾ പന്ത്രണ്ടേ മൂന്നായി അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ആൻസർ ചെയ്തിട്ടില്ല കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എനിക്ക് തന്നെ സാറിന്റെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഇരട്ട തെളിവാണ് കുറെ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് അപ്പൊ നമ്മൾ ഇനി എസ്പെഷ്യലി കുറെ ആളുകൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നതിന്റെ പേരിൽ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താനായിട്ട് നോക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റും പിന്നെ ഇനി ഒരു ബോൾ പാർക്ക് ഫിഗറിൽ റെഗുലർ സ്കീമിൽ എത്രയാണോ ബ്രോക്കേഴ്സ് മ്യൂച്വൽ ഫണ്ടിന് ചാർജ് ചെയ്യുന്നത് ബ്രോക്കേഴ്സ് അല്ല ചാർജ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് ചാർജ് ചെയ്യുന്നത് അപ്പൊ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ റെഗുലറിനുണ്ട് ഡയറക്റ്റ് ഉണ്ട് ഡയറക്റ്റിനാണെങ്കിൽ ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ ഒരു പെർസെന്റേജ് ആയിരിക്കും ചാർജ് വരുന്നത് ഇനി റെഗുലർ ആണെങ്കിൽ രണ്ട് പെർസെന്റേജ് ആയിരിക്കും ചാർജ് വരുന്നത് ഡെറ്റ് ഫണ്ട് ആണെങ്കിൽ ഒരു പെർസെന്റേജ് ആയിരിക്കും മൊത്തത്തിൽ വരുന്നത് റെഗുലറിനാണെങ്കിൽ അല്ലെങ്കിൽ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആയിരിക്കും വരുന്നത് അല്ലെ സാറേ അപ്പൊ ഇതാണ് സാധാരണ കേസിൽ ഒരു ഒരു ഹൈ ലെവലായിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇന്ന് ഒട്ടുമിക്കതും ജനറൽ ആയിട്ട് പറയണത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് എനിക്ക് ഇപ്പൊ പ്രകാശൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരു സാംസങ് എന്ന് പറയുന്നത് ഐഫോൺ എന്നൊക്കെ പറഞ്ഞു ഇവരെല്ലാവരും കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ആർക്കും എല്ലാവർക്കും ഉത്തരങ്ങൾ കൊടുക്കാനായിട്ട് പറ്റില്ല എനിക്ക് ആകെ ഒരു റിക്വസ്റ്റ് ഉള്ള വെച്ചാൽ നിങ്ങൾ ഈ ചോദിച്ചേക്കുന്ന ചോദ്യം തന്നെ എനിക്ക് Nikhil at talks with money എന്നുള്ള ഇമെയിൽ ഐ ഡി നമ്മുടെ വാട്സപ്പ് നമ്മുടെ വീഡിയോസിൽ എല്ലാത്തിലും നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് ആയിട്ടോ ഇമെയിൽ ആയിട്ടോ നിങ്ങൾ തരണമെന്നുണ്ടെങ്കിൽ ഇനി ഏതായാലും മൺഡേ ആയിരിക്കും മൺഡേ ആകുമ്പോഴേക്കും നമ്മുടെ ടീം അതിനുള്ള ആൻസർ തന്നുള്ളൂ ഇൻ കേസ് നമുക്ക് അറിയാത്തതായിരുന്നെങ്കിൽ സന്ദീപ് സാറിനായിട്ട് ചോദിച്ചിട്ട് നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ തരാനായിട്ട് ശ്രമിച്ചോളാം ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സന്ദീപ് സാർ നമ്മൾ ഇത്രയും നമ്മൾ സംസാരിച്ചു അപ്പൊ ഈ ഒരു കോണ്ടസ്റ്റിൽ സാറിന്റെ ഒരു ഫൈനൽ അഡ്വൈസ് എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം ഒബിയസ്ലി ഞാൻ എന്നും പറയുന്ന അസറ്റ് അലൊക്കേഷൻ തന്നെയാണ് എനിക്ക് എന്നും പറയാനുള്ളത് പ്രോപ്പർ അസറ്റ് അലൊക്കേഷൻ നമ്മൾ നടത്തുക ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഞാൻ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ടുകളുടെ ലംസം ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ലംസം ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ depends on the risk profiling ഒരു അഡ്വൈസറുടെ സഹായത്തോടു കൂടി മാത്രം നടത്തുക എന്നുള്ളതാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് അത് Indian economy for the next ten years സുവർണകാലമാണ് അതിൽ അടിയുറച്ച് വിശ്വസിക്കുക അടുത്ത ഒരു വർഷത്തേക്ക് അത്ര കണ്ട് അഭികാമമായിരിക്കും അഭികാമ്യമായിരിക്കില്ല എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം കൂടി ആശംസിക്കുന്നു thank you so much for this opportunity happy investing thank you happy thank you thank you അപ്പൊ എല്ലാവർക്കും ഒരു ഇന്നത്തെ ഒരു സെഷനിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു എസ്പെഷ്യലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ലംസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലാതെ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടാണ് ദി ബെസ്റ്റ് എന്നുള്ളതിനെ കുറിച്ചല്ല നമുക്ക് എല്ലാത്തിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു അലോക്കേഷൻ കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് കുറച്ചും കൂടി ഹാപ്പിനെസ് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് വളരെയധികം ഉണ്ട് അപ്പൊ ഇതെല്ലാവരും വളരെയധികം ഉപയോഗപ്പെടുത്തുക നമ്മുടെ ഈ സെഷന് വന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് നിങ്ങൾ ആരും വരാതെ നമ്മൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ ഇത്രയും പേരെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം തോന്നും കാരണം ഇത്രയും ആളുകൾ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയത് ഈ വൺ അവർ കഴിയുമ്പോൾ നമുക്കുള്ള ഒരു ആശ്വാസം എന്ന് വെച്ചാൽ നിങ്ങൾ വരുന്നേക്കാളും മുന്നുണ്ടായ നോളജിനേക്കാൾ ഇത്തിരി കൂടിയല്ലോ എന്നുള്ളതിലാണ് ആശ്വാസം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന കാര്യം വെച്ചാൽ ഈ സെഷൻ കേട്ടിട്ട് ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന്റെ ഗുണമുണ്ടെന്ന് നമ്മളോട് പറയണമെന്നുണ്ടെങ്കിൽ that will be much better അപ്പോൾ എല്ലാവരും ഇന്ന് കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുക അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് നമ്മുടെ ചാനലിൽ വന്ന് പറയാം ഞാൻ സന്ദീപ് സാറിനെ അറിയിച്ചോളാം okay thank you so much everyone Sandeep sir thank you so much